ഞാനിത് വായിച്ചു വന്നപ്പോൾ ഒരു സൈക്കോളജി പഠിക്കുന്ന കുട്ടി ബേസിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി ആ പേരിന്റെ നമ്മുടെ ഡിസ്കസ് ചെയ്യുന്ന പേപ്പറിന്റെ പേര് അറിയാലോ അല്ലെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ് അതായത് എങ്ങനെയാണ് സൈക്കോളജി ആസ് എ ഡിസിപ്ലിൻ വളർന്നു വന്നത് എന്നാണ് ഈ പേപ്പർ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് so let me ask you one thing how many of you believe that psychology has a father സൈക്കോളജിക്ക് ഒരു ഫാദർ ഉണ്ടാവും ഞാൻ ചോദിക്കുകയായിരുന്നു സൈക്കോളജിയുടെ ഫാദർ ആരാണ് അല്ലെങ്കിൽ സൈക്കോളജിക്ക് ഒരു ഫാദർ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് മൂണ്ട് എന്തുകൊണ്ടാ വില്യം മൂണ്ടിനെ ഫാദർ എന്ന് വിളിക്കുന്നത് ഈ എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റി അറ്റ് ലിപ്സിംഗ് ഒരു ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ബ്രാഞ്ച് ആയി ഇതിനെ കൊണ്ടുവന്നത് വില്യം മൂണ്ടാണ് തിരിച്ചറിവുണ്ടായത് വില്യം മൂണ്ടിനാണ് ആ അപ്പൊ വില്യം വൂണ്ടിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആക്ച്വലി ഇൻഫാക്ട് ഞാൻ ഇന്ന് ഇന്ന് ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഞാൻ ഈ നിങ്ങളുടെ ഈ ഡെവലപ്മെന്റൽ തോട്ട് വായിക്കുന്നോടം വരെ ഞാൻ എന്റെ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതും അങ്ങനെയാണ് പലരും ഇങ്ങനെ പല അബദ്ധ സാധാരണകളും വെക്കാറുണ്ട് സൈക്കോളജിക്ക് പല പല ആൾക്കാരെ ഫാദർ എന്ന് കേൾക്കാറുണ്ട് നമ്മൾ പക്ഷേ വില്യം മൂണ്ടാണ് father of modern scientific psychology ആയിട്ട് പറയുന്നത് പക്ഷേ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് വൂണ്ടിന് മുൻപും ഈ ഫീൽഡിലേക്ക് ഒത്തിരി പേര് ഒത്തിരി പേര് എന്ന് വെച്ചാൽ ബേസിക്കലി രണ്ട് പേര് അതിൽ തന്നെ ഹെൽം ഹോംസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആ ബ്ലോക്ക് ഒന്ന് തുറന്നു വെക്കണേ നിങ്ങളുടെ B P six block one ഒന്ന് തുറന്നു വെക്കുമായിരുന്നു നല്ലതായിരുന്നു കേട്ടോ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ അത് എനിവേ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല so you can use the screen for that purpose നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണേ എല്ലാവരും ഓക്കെ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആ ബ്ലോക്ക് വണ്ണിൽ നിങ്ങൾക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് കണ്ടോ contributions of early modern psychology ഹെൽപ്പ് ഹോംസ് എന്നുള്ള പേര് കണ്ടോ അപ്പൊ ആ ഈ ഹെൽപ്പ് ഹോംസ് നമ്മൾ സൈക്കോളജിയിൽ കുറെ തിയറിസ്റ്റ് ഉണ്ട് ഈ കളർ വിഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ ഈ ഹെൽപ്പ് ഹോംസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഈ ബുക്കിന്റെ അവസാനത്തെ പേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതായത് ഒരു സമ്മറി പാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ അവർ പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും വൂണ്ടല്ല വൂണ്ടിന് മുൻപ് സൈക്കോളജിയിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്ന ഒരാളാണ് നമ്മൾ വൂണ്ടിന്റെ ലാബ് എന്ന സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലിപ്സിംഗിൽ ലാബ് എന്ന സെറ്റപ്പ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ആ ആയിരത്തി എഴുന്നൂറ്റി പക്ഷെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് തന്നെ ഈ ഹെൽഹോംസ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫെക്ഷനറൊക്കെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു നമുക്ക് തന്നെ ഒരു ഒരു എന്താ പറയുന്നത് നം പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ് വൂണ്ടാണ് കാരണം എന്താണ് നമ്മൾ ഈ വെസ്റ്റേൺ ബുക്സ് ആണ് സൈക്കോളജിയിൽ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത് അല്ലെ നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പറയും ബാരന്റെ മോർഗന്റെ ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഈ എന്താ പറയുന്നത് ഇഗ്നോട് മാത്രം ബുക്സ് ആണല്ലോ നിങ്ങൾ റെഫർ ചെയ്യുന്നത് പക്ഷെ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പ്രിസ്ക്രൈബ്ഡ് ബുക്സ് ടെക്സ്റ്റ് സൈക്കോളജിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കാണ് ഞങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടങ്ങളിലെല്ലാം പറയുന്നത് നമ്മൾ ഈ മോഡേൺ ഫീൽഡിൽ ഈ വെസ്റ്റേൺ ഫീൽഡിന്റെ ഒരു അതിപ്രസരണം ആയതുകൊണ്ടാണ് വൂണ്ടിനെ പറയുന്നത് വൂണ്ടാണ് മോഡേൺ ഫാദർ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് സോ ഈ ബുക്ക് നിർബന്ധമായിട്ടും അതുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഒരു സൈക്കോളജിയുടെ ഉള്ള ഒരു സ്നേഹത്തിന്റെ പുറത്താണല്ലോ നിങ്ങൾ ഇത്രയും പേര് വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊന്ന് വായിക്കണം അപ്പം ഒന്ന് അറിവിന് വേണ്ടി മാത്രമല്ല നമ്മളൊരു മൂന്ന് വർഷം അല്ലെ മൂന്ന് കുറച്ച് സമയം നമ്മളൊരു സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ബുക്ക് ഒന്ന് വായിക്കണം പഠന പെർപ്പസിന് മാത്രമല്ല ക്യൂരിയോസിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പ്ലാൻ ചെയ്യണത് ഈ ഇന്ന് നമ്മൾ ആക്ച്വലി ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് വണ്ണ് തീർക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു പക്ക ബ്ലോക്ക് വൺ ഇന്ന് തീർത്തു ബ്ലോക്ക് ടു തീർത്തു എനിക്ക് ഇന്ന് ഞാനത് ഉദ്ദേശിക്കുന്നില്ല ഓവറോൾ ഈ പേപ്പറിന്റെ ഒരു എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് ഞാൻ ഈ ബ്ലോക്ക് വായിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആൻഡ് ആഫ്റ്റർ ഈച്ച് ക്ലാസ് നിങ്ങളോട് ഞാൻ പറയും ഏത് ബ്ലോക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം നിങ്ങൾ വായിച്ച് പിറ്റേ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നടത്തും ഒപ്പം നെക്സ്റ്റ് ബ്ലോക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തും മനസ്സിലായോ പറഞ്ഞത് ഓക്കെ ഓക്കെ ആണോ അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചോ ചോദിക്കട്ടെ സൈക്കോളജിയുടെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞ എല്ലാവരും psychology is the scientific study of behaviour and cognitive processes okay നമ്മൾ ഈ ഈ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് നമ്മൾ എന്തുമാത്രം നാരോ മൈൻഡഡ് ആയിട്ടാണ് സൈക്കോളജിനെ കാണുന്നതെന്ന് ഞാൻ എനിക്കറിയാം ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ പിള്ളേരോടും ഞാൻ പച്ചവെള്ളം പോലെ പഠിക്കാൻ പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് psychology is the scientific study of behaviour and cognitive അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സുകൾ എന്ന് പറയും പക്ഷെ ഇതിനകത്ത് രണ്ട് ടേംസ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞ് പറയുന്നത് ഏതൊക്കെയാ ഏതൊക്കെയാ ബിഹേവിയറും മെന്റൽ പ്രോസസ്സും ആ ബിഹേവിയറും മെന്റൽ പ്രോസസ്സുകളും ഈ രണ്ട് വാക്കും സൈക്കോളജിയുടെ രണ്ട് തരം ചിന്താഗതികളെ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടുകൊണ്ടുള്ളത് അതായത് രണ്ട് സ്കൂൾസ് ഓഫ് തോട്ടാണ് ആണ് അതിനകത്ത് വരുന്നത് ഒന്ന് ബിഹേവിയറിനെ കുറിച്ച് ഊന്നി പഠിക്കുന്നത് ഏത് ഏത് തോട്ടാ behaviourism very good and cognitive പ്രോസസ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് തോട്ടാ സൈക്കോളജി ആ ജസ്റ്റ് ജസ്റ്റൈഡ് ഒക്കെ കഴിഞ്ഞ് വന്ന ഫീൽഡാണ് ഈ കോഗ്നറ്റീവ് mm. പക്ഷേ ഈ ബുക്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ബുക്കിന്റെ ഓതേഴ്സ് വേറെ കുറെ സാറുമാരൊക്കെ ആണല്ലോ അവരുദ്ദേശിക്കുന്നത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ സൈക്കോളജിയിൽ ബിഹേവിയറും അതുപോലെ കോഗ്നറ്റീവ് പ്രോസസ്സുകൾ മാത്രമേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ എൻവയോൺമെന്റ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ society society environment very good പിന്നെ പിന്നെ കൾച്ചർ കൾച്ചർ എക്സലന്റ് പിന്നെ body functions biological biological biological നോക്കി നമുക്ക് എല്ലാവർക്കും അല്ലെ നിങ്ങൾ ഇത്രയും ഒരു വർഷം പഠിച്ചാലും നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതെങ്ങനെ ഡെഫിനിഷനിലുണ്ടോ ഡെഫിനിഷനിലില്ല അപ്പം അത് തന്നെ കാണിക്കുന്ന നമ്മൾ ഈ പറയില്ലേ കുത്തക എന്നൊക്കെ പറയുന്ന ആ കുത്തക എന്നുള്ള എന്താ ഒരു കുറച്ച് ആൾക്കാർ മാത്രം അവരുടെ ഇഷ്ടം മാത്രമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ബുക്കിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിക്കുന്ന അല്ലെ പഠിക്കാൻ എടുക്കുന്ന ഡെഫിനിഷൻസ് അത്രയും മാത്രമല്ല അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയില്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളവരുടെ വാക്കുകളാണ് എപ്പോഴും എല്ലാ കാലത്തും മുഴങ്ങി കേൾക്കുന്നത് നമ്മൾ കേൾക്കാറില്ലേ അതായത് മജോറിറ്റി പറയുന്നത് ആൾക്കാർ അങ്ങ് അങ്ങ് ആ അതുപോലെ സൈക്കോളജിയുടെ ഒരു മജോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഈ എന്താ പറയുന്നത് സൈക്കോളജിസ്റ്റുകളെ പഠിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യനെ അല്ലെങ്കിൽ വിമനെ എത്ര വിമൻ സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്ര സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്ര അഫ്ഗാനി സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഫ്ഗാനിലൊക്കെ സൈക്കോളജിസ്റ്റ് ഉണ്ടോ <laughs> അതാണ് നമ്മൾ പാടി ഈ വെസ്റ്റേൺ ആൾക്കാർ കുറച്ച് സ്വിസ് റഷ്യൻ വിയന്ന ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് അതായത് ബേസിക്കലി വെസ്റ്റേൺ സൈക്കോളജിയാണ് ഇവിടെ റൂൾ ചെയ്യുന്നത് ഈസ്റ്റേണോ അല്ലെങ്കിൽ നോൺ വെസ്റ്റേൺ ഒരു ഗ്രൂപ്പ് പോലും ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒരു കാര്യം ചോട്ടെ ഇന്ത്യയിൽ സൈക്കോളജി ഉണ്ടായിരുന്നോ ഇന്ത്യ വളരെ പണ്ടേ ഉണ്ടായിരുന്നു സൈക്കോളജി ഒരു ഒരു ഫിലോസഫിയാണ് ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് പേഴ്സണ പേഴ്സണോളജിസ്റ്റ് അതായത് പേഴ്സണാലിറ്റി തിയറിസ്റ്റ് ഈ ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ടുണ്ട് ആരാ അത് ആരാണ് അറിയില്ല മാം യുങ് എന്ന് കേട്ടിട്ടുണ്ടോ യുങ് യുങ് താഴ്യുങ് താഴ്യുങ് ഫ്രോയിഡിന്റെ ആ നിയോ ഫ്രോയിഡ് എന്ന് നമ്മൾ പറയുന്ന കാൽയുങ് ഇല്ലേ ആ കാൽ അദ്ദേഹത്തിന്റെ മണ്ഡല എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം മണ്ഡല നമ്മൾ പറയുന്നല്ലേ നമ്മള് ബോഡി പോസ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് നമ്മൾ പറയില്ലേ കുറച്ച് ചക്രങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ യോഗയിലൊക്കെ പറയാറില്ലേ നമ്മള് അതുപോലെ അത് അതുപോലെ ഒരു കോംപ്ലക്സ് കോൺസെപ്റ്റ് ആണ് മണ്ഡല ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പുള്ളി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നാ പറയണത് അല്ല വന്നിട്ടുണ്ട് പുള്ളി അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഇപ്പൊ വേദങ്ങളിലും ഒക്കെ പണ്ടേ നമ്മൾ ഈ പറയുന്ന സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരിക്കലും ഇപ്പൊ കോളനൈസേഷൻ അതേപോലെ അതിനകത്ത് ഒത്തിരി political and socio cultural factors ഉണ്ട് നമ്മൾ പറയില്ലേ അടിയാളന്മാർ പറയുന്നത് ആരും കേൾക്കാറില്ല എപ്പോഴും മുതലാളി വർഗം പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ ഈ കോളനൈസേഷന്റെ ഒക്കെ ഫലമായിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷുകാർ പറയുന്നത് മാത്രമാണ് എപ്പോഴും ഏറ്റവും സുപ്രീം എന്താ പറയുന്ന റിയാലിറ്റി അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായി അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യൻ സൈക്കോളജിസ്റ്റിനെ നമ്മൾ അറിയാത്തത് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സൈക്കോ ഇപ്പം ബാരൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആട്ടോ പക്ഷെ എന്നിരുന്നാൽ പോലും സോറി ബാരൻ അല്ല മിശ്ര ഇപ്പൊ നിങ്ങളുടെ ബുക്കിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അരവിന്ദ് മിശ്ര മിശ്ര എ എന്ന് പറഞ്ഞിട്ടൊരു ഓദർ ഉണ്ട് അദ്ദേഹമൊക്കെ ഫേമസ് ആയിട്ട് ഇപ്പൊ വളർന്നു വരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഒരു ബേസ് ഈ പേപ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ ഒരു ഈ ഒരു ഫീൽഡ് പൊങ്ങി വരാൻ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇപ്പൊ ഞാന് നമ്മൾ ഈ ഡിഗ്രി ഡിഗ്രി ലെവലിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട് രണ്ടു തരം റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട് രണ്ട് തരം ഒന്ന് കണ്ണുകൊണ്ട് വിശ്വസിക്കുന്ന അല്ലെ നമ്മൾ പറയില്ലേ ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് തെളിവ് വേണം നമ്മൾ പറയും ചിലത് നമ്മൾക്ക് തെളിവുകൾ വേണ്ട നമ്മൾ ഒരു യുക്തിയിൽ വിശ്വസിക്കും കേട്ടിട്ടുണ്ടോ ഇത് രണ്ടും ഹലോ ഹലോ മാം ആ കേട്ടിട്ടുണ്ടോ ഇത് രണ്ടും ആ കേട്ടിട്ടുണ്ട് ആ ഇതിനെ രണ്ടിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുക രണ്ടു സയന്റിഫിക് ഫീൽഡുകൾ uh, അല്ലെങ്കിൽ സയന്റിഫിക് uh, എന്താ നമ്മൾ പറയുന്നത് ആറ്റിറ്റ്യൂഡ്സ് ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത് ഒന്നാമത്തേതാണ് എംപിരിക്കൽ സ്റ്റഡീസ് എന്ന് പറയും എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തെളിവുകളിൽ നമ്മൾ പറയില്ലേ depending on the evidences research ഇപ്പം എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പൊ എക്സ്പെരിമെന്റൽ സൈക്കോളജി ആക്ച്വലി യുങ്ങിന്റെ ഏറ്റവും വലിയ സോറി വൂണ്ടിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാ പിതാവാണ് അദ്ദേഹം കാരണം ആദ്യമായിട്ടൊരു ലാബ് സെറ്റ് ചെയ്തുകൊണ്ട് സോ പുള്ളിയാണ് ആദ്യമായിട്ട് കാണിച്ചു തന്നത് നമ്മളിങ്ങനെ ഈ വായിൽ അല്ലെങ്കിൽ വായുവിൽ പറയുകയല്ല തെളിവ് കാണിച്ചു തന്നത് ചിന്തകളുണ്ട് എന്താ ഈ ബേസിക്കലി യുങ് പറഞ്ഞ അല്ല സോറി യുങ് എന്നാണ് എന്റെ വായിൽ പറഞ്ഞത് ഈ വൂണ്ട് എന്താ ബേസിക്കലി പറഞ്ഞത് വൂണ്ട് എന്താ പറഞ്ഞത് വൂണ്ടിന്റെ സ്കൂളിന്റെ പേരെന്താ എത്ര പേർക്കറിയാം സ്ട്രക്ചറലിസം വെരി ഗുഡ് എന്താ ഈ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാല് സ്ട്രക്ചേഴ്സ് ആണ് എന്തിന്റെ സ്ട്രക്ചേഴ്സ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് നോ എന്തിന് സ്ട്രക്ചർ ഉണ്ടെന്നാ വൂണ്ട് പറഞ്ഞത് വൂണ്ട് എന്തിനാ പഠിക്കാൻ ശ്രമിച്ചത് വൂണ്ടിന് മുൻപ് സൈക്കോളജി എന്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്നിന് മുമ്പ് ഫിലോസഫി അല്ലായിരുന്നു ഫിലോസഫിക്കൽ ഫിലോസഫിയിൽ ഡ്യുവലിസം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ എന്തൊക്കെയാണ് ഫിലോസഫിയിൽ എന്തിനെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് മുൻപ് ഡിസ്കസ് മൂണ്ടിന് മുൻപ് മൂണ്ടിനെ നിങ്ങൾ എല്ലാവരും മോഡേൺ സയന്റിഫിക് എന്ന് പറഞ്ഞു അപ്പൊ സയന്റിഫിക് ആവുന്നതിന് മുമ്പ് സൈക്കോളജിയിൽ എങ്ങനെയായി മനഃശാസ്ത്രം എന്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് soul soul very good soul പിന്നെ സോള് മാത്രാണോ mind very good mind mind soul ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അത് കഴിഞ്ഞ് വൂണ്ട് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ വൂണ്ട് പഠിക്കാൻ ശ്രമിച്ചത് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെയാണ് കോൺഷ്യസ്നസ് നിങ്ങൾ ഫ്രോയിഡിന്റെ കോൺഷ്യസ്നെസ് പഠിച്ച ഓർക്കുന്നുണ്ടോ അൺകോൺഷ്യൻസിനെ ആ ഫ്രോയിഡ് മൂന്ന് ലെവല് പറയുന്നുണ്ട് അപ്പൊ അതിൽ ആദ്യത്തേതാണ് കോൺഷ്യസ്നെസ് അപ്പം ആദ്യമായിട്ട് സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന പോലെ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ മെഷർ ചെയ്യാവുന്ന പോലെ മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങളെ പഠിക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ എന്താണെന്ന് പറയാൻ ശ്രമിച്ച ഒരാളായിരുന്നു ആര് വൂണ്ട് എന്ന് പറയുന്നത് സോ വൂണ്ട് ബേസിക്കലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലാബ് ഉണ്ടാക്കി പുള്ളി ആദ്യം ഉണ്ടാക്കിയത് ഒരു മുറി ലാബായിരുന്നു എന്നാ പറയുന്നത് ഈ നാല് മുറി ലാബിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ലാബ് കണ്ടിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ യു എസിലും അല്ലാത്തടത്തും ഒക്കെ ജർമ്മനിയിലാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലാബ് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി so basically what he try to learn was to study the consciousness ഇപ്പൊ പുള്ളി പറഞ്ഞത് മനസ്സിന് അല്ലെങ്കിൽ മനസ്സെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് കോൺഷ്യസ്നെസ് കോൺഷ്യസ്നെസ്സിന് സ്ട്രക്ചർ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു എന്താണെന്നാ പറഞ്ഞത് സ്ട്രക്ചർ ഉണ്ടെന്ന് സ്ട്രക്ചർ എന്ന് പറയുമ്പോ എന്നെ പ്രത്യേകത സ്ട്രക്ചറിനകത്ത് എന്ത് കാണും പാർട്സ് കാണും അല്ലേ അതായത് പുള്ളി പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ എന്ന വ്യക്തിക്ക് ഒരു ശരീരമുണ്ട് എന്റെ ശരീരത്തിനകത്ത് തന്നെ തലയുണ്ട് കയ്യും കാലും മേലും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ കോൺഷ്യസ്നെസ്സിനും സ്ട്രക്ചർ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു and he try to study this consciousness and it structure to the method of ഏത് മെത്തേഡാ പുള്ളി ഉദ്ദേശിച്ചത് ഏത് മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിച്ചത് എക്സ്പെരിമെന്റൽ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ തന്നെ ഏത് മെത്തേഡാ ഉപയോഗിച്ചത് ഓരോരോ പാർട്സ് അല്ല ഓരോരോ പാർട്സിനെ എങ്ങനെ പുള്ളി പഠിക്കാൻ ശ്രമിച്ചത് ആ മെത്തേഡ് ആ വെരി ഗുഡ് എന്തെന്ന് ഇൻട്രോസ്പെക്ഷൻ വെരി ഗുഡ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ടെക്നിക് ആയിരുന്നു ആര് ഉപയോഗിച്ചത് ഈ വൂണ്ട് ഉപയോഗിച്ചത് ഇനി let me tell you something ശരിക്കും വൂണ്ടാണോ ഈ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നൊക്കെ ഉള്ള സാധനമൊക്കെ ഡെവലപ്പ് ചെയ്ത് സ്ട്രക്ചറലിസം ഒക്കെ ഡെവലപ്പ് ചെയ്തത് ആരാ വൂണ്ടായിരുന്നോ ഗുസ്താവ് ആ എഡ്വേർഡ് ഡി ടിച്ച്നർ ആണ് ടിച്ച്നർ ആരാ ടിച്ച്നർ ആണോ ഫിക്കണർ ടിച്ച്നർ ടിച്ച്നർ ടിച്ച്നർ ആ ടിച്ച്നർ ആരാ വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആണ് ഈ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള മെത്തേഡ് വെച്ച് കോൺഷ്യസ്നെസ്സിന് സ്ട്രക്ചർ ഉണ്ട് എന്ന് പഠിക്കാൻ ശ്രമിച്ചത് ഈ വൂണ്ടും മീൻ ബേസിക്കലി വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അങ്ങനെയാണ് വൂണ്ടിന് അതിന്റെ ക്രെഡിറ്റ് കിട്ടിയത് കാരണം വൂണ്ടാണല്ലോ ഈ ലാബ് സെറ്റപ്പ് ചെയ്തത് സ്റ്റുഡന്റ് ആണ് ബാക്കി കഷ്ടപ്പാട് മുഴുവൻ ചെയ്തതെങ്കിലും and what he summarise yours അയാളുടെ ഒബ്സർവേഷനിൽ ഇനി ഈ നിങ്ങളുടെ ഈ ബ്ലോക്കിനകത്ത് വായിക്കുമ്പോഴല്ലോ ഭയങ്കര ക്യൂരിയോസിറ്റി വെച്ചാൽ നമുക്ക് ഒത്തിരി അറി അറിയത്തില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് വൂണ്ട് ഈ എക്സ്പെരിമെന്റൽ സൈക്കോളജി അങ്ങനെ തമാശക്കൊന്നുമല്ല അല്ല വഴിയെ പോകുന്ന ആരെങ്കിലും പിടിച്ചു നിർത്തിയാന്നാവാ ഞാൻ നിന്നോട് ചോദിക്കാം ഇനി എങ്ങനെ ഈ ഈ കോൺഷ്യസ്നെസ്സിനെ മെഷർ ചെയ്തതെന്ന് അറിയാമോ എങ്ങനെയാണ് വൂണ്ട് കോൺഷ്യസ് അല്ലെങ്കിൽ ടിച്ചനർ കോൺഷ്യസ്നെസ്സിനെ മെഷർ ചെയ്തത് എന്നാ എന്താ പറഞ്ഞ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് വെറുതെ തള്ളല്ലേ അവിടുന്നല്ല തുടങ്ങുന്നത് അല്ല അതാരുടെ അത് വൂണ്ടിന്റെ അല്ല അതാരാ കൊണ്ടുവന്നേ അത് ഫെച്ച്നർ ആണത് അത് വേറെയാ സൈക്കോഫിസിക്സ് വേറെ ഫീൽഡാണത് ഇദ്ദേഹം കോൺഷ്യസ്നെസ്സിനെ മെഷർ ചെയ്യാൻ ഇദ്ദേഹം എന്താ ചെയ്തത് ഞാൻ നിങ്ങളോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ചോദ്യം ചോദിക്കാമേ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഞാൻ എന്താ ഞാൻ പറയുമ്പോ അത് ചിന്തിക്കണം കേട്ടോ when you think about a banana what all things come to your mind colour taste എന്തോ ഒന്ന് പറഞ്ഞു കളറ് പറഞ്ഞു ടേസ്റ്റ് പറഞ്ഞു പിന്നെ ഷെയ്പ്പ് പറഞ്ഞു പിന്നെ സംതിങ് ഒരു ബനാന കഴിക്കുന്ന ഒരു ഫീൽ അങ്ങനെ വന്നു പിന്നെ ഓക്കെ അപ്പൊ ഇത് കണ്ടോ ഞാൻ ഈ ചോദ്യം അപ്പം ബേസിക്കലി ഇത് ഇങ്ങനെ അതായത് നമ്മൾ എന്താ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കും ഒരു സ്റ്റിമുലസ് വന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയും നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ആത്മപരിശോധന ആ seeing into oneself seeing into oneself നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്നതിനെയാണ് അപ്പൊ ഇപ്പൊ ബനാന എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് അപ്പം കുറേ പേര് സ്റ്റഡി ഇപ്പൊ ഇപ്പൊ നിങ്ങളെപ്പോലെ ഒന്നോ രണ്ടോ അല്ല പതിനായിരക്കണക്കിന് ആൾക്കാരെയാണ് പുള്ളി പഠിച്ചത് പുള്ളി അവർക്കെല്ലാം പല ലെവലിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് പുള്ളി ഈ ആക്ച്വൽ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ പുള്ളി എടുത്തത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാട്ടോ എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റഡി ഇതായിരുന്നു കൺക്ലൂഷൻ ഇതായിരുന്നു നമ്മുടെ കോൺഷ്യസ്നെസ്സിനകത്ത് മൂന്ന് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു മൂന്ന് എലമെന്റ്സ് അല്ലേ സെൻസേഷൻ ഫീലിംഗ് ഇമേജസ് മൂന്നെണ്ണങ്ങൾ സെൻസേഷൻ ഫീലിംഗ് ഇമേജസ് സെൻസേഷൻ എന്ന് പറഞ്ഞ എന്താ നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് എന്ത് മനസ്സിലേക്ക് വരുന്നു അതാണ് സെൻസേഷൻ എന്ന് വെച്ചാൽ നമുക്കത് അതിനെ how does it feel like നമ്മൾ അതിനെ തൊടിപ്പം ഞാൻ വാഴപ്പഴം എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പഞ്ഞു പോലത്തെ ഒരു സാധനം ഉറപ്പായിട്ടും മനസ്സിൽ വന്നില്ലല്ലോ വന്നോ ഇല്ല അത്യാവശ്യം ഒരു ഹാർഡ് ഒബ്ജക്റ്റ് ആ മനസ്സിൽ വന്ന അല്ലേ അല്ലേ അതെ അപ്പൊ അതാണ് സെൻസേഷൻ ഫീലിംഗ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഇപ്പൊ ചിലർക്കുണ്ടല്ലോ വാഴപ്പഴം ഇഷ്ടമല്ലാത്ത ഒരു മിസ്സിന് വേറെ ഒരു പഴത്തിന്റെ പേര് പറയാൻ പറ്റിയില്ലേ എന്നായിരിക്കും ചിലർ മനസ്സിൽ വിചാരിച്ചു ചിലർ ഹായ് വാഴപ്പഴം എന്നായിരിക്കും ചിലർക്ക് മനസ്സിൽ വന്നത് അല്ല ചിലർക്ക് വാഴപ്പഴമോ അതെന്തുവാ എന്നായിരിക്കും വേറെ ചിലർക്ക് മനസ്സിൽ വന്നത് സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ടുള്ള റിലേറ്റ് അതെല്ലാം നമ്മുടെ ഈ ഫീലിങ്സിനെ അസോസിയേറ്റ് ചെയ്യും നമ്മൾ അതാണ് ഫീലിങ്സ് എന്ന് പറഞ്ഞത് ഇനി എല്ലാവർക്കും വിത്തൗട്ട് എനി ഡൗട്ട് വന്ന ഒരു സാധനമാണ് ഇമേജ് എന്ന് പറഞ്ഞത് വാഴപ്പഴം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ എല്ലാവർക്കും ഒരു ഒരു വാഴപ്പഴത്തിന്റെ പടം വന്ന് വന്നിട്ടുണ്ടാവുമല്ലോ വന്നു അത് ഫോർ ഷുവർ എല്ലാവർക്കും വരും ബാക്കി രണ്ടും നിങ്ങൾ പിന്നെ ഫീലിങ്ങോ ഓ മിസ്സേ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അവസാനം പറഞ്ഞ കാര്യം എന്താണെങ്കിലും എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇമേജസ് എന്ന് പറയുന്നത് സോ വൂണ്ട് വൂണ്ടിന്റെ സ്റ്റഡിയിലൂടെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെ വൂണ്ട് സമ്മറൈസ് ചെയ്തത് നമുക്ക് എല്ലാവരുടെയും തോട്ട്സിന് മൂന്ന് കമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു sensation feeling and images okay അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇതിനെ ഖണ്ഡിച്ച് വന്ന രണ്ടാമത്തെ സ്കൂളായിരുന്നു ഏതെന്ന് പറയണത് ഏതാ രണ്ടാമത്തെ സ്കൂള് ആ എന്താ ഈ ഫങ്ഷണലിസം പറയുന്നത് ആരാ ഇതിന്റെ father Watson James William James ആ very good William James and he's known as the പുള്ളിക്ക് കുറച്ച് ഉണ്ടല്ലോ എന്താ പുള്ളിയുടെ പ്രത്യേകത is the first American psychologist ആണ് അദ്ദേഹം അപ്പൊ പുള്ളി എങ്ങനെയാ വൂണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്ത് എങ്ങനെയാ എന്താ പുള്ളി പറഞ്ഞത് ഫംഗ്ഷന് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് കോൺഷ്യസ്നെസ്സിനെ പഠിക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല പഠിക്കേണ്ടത് മറിച്ച് അതെന്ത് അതിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിക്കാൻ പറയുമ്പോൾ അതിങ്ങനെ ചിന്തിച്ചു ഞാൻ പഴത്തെ കുറിച്ച് പറഞ്ഞപ്പം മിസ് അതിന്റെ പടം ഓർക്കാൻ പറയുന്നു ഫീലിംഗ് ഓർക്കാൻ പറയുന്നു അതല്ല ഇമ്പോർട്ടന്റ് അതെന്ത് അതിന്റെ ഘടനയ്ക്കല്ല ഇമ്പോർട്ടന്റ് മറിച്ച് അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു മണി ഓക്കെ അപ്പം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മനസ്സിന് നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്റ്റാറ്റിക് ബോഡിയാണോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആണോ നമ്മുടെ കോൺഷ്യസ്നെസ് ഒരു സ്റ്റാറ്റിക് ബോഡിയാണോ അല്ല അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഈ നിമിഷം നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയാ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആദ്യ ആദ്യമായിട്ടാണല്ലോ ഒരു ബസ് എന്നാ നമുക്ക് ക്ലാസ് കേട്ടേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാവരും ഇന്ന് കയറും പക്ഷെ നാളെ നിങ്ങൾ ക്ലാസ്സിൽ കയറുമോ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ക്ലാസ്സിൽ കയറുമോ എന്നുള്ളത് ഇന്നുണ്ടായ ഇംപ്രഷനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇല്ലേ ആ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ് ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് അപ്പൊ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെയല്ല ഇറ്റ്സ് ലൈക്ക് എ സ്ട്രീം എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ട്രീം എന്ന് പറഞ്ഞ എന്താ അരുവി അരുവി ഒഴുകുന്ന പുഴ പോലെയാണ് ഈ പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് എന്താ പുഴയുടെ പ്രത്യേകത പുഴ ഇങ്ങനെ എന്താ പറയാ നമുക്ക് അതിന്റെ ഒരു ഒരു പാർട്ടായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് ആ പുഴേനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒഴുകി പോകുമ്പം ആ ഫുൾ ഫ്ലോയിലെ നമുക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആക്ച്വലി ഈ വില്യം ജെയിംസ് പറയുന്നത് നമ്മുടെ മനസ്സ് ഇവോൾഡ് ആണെന്നാണ് വില്യം ജെയിംസ് പറയുന്നത് ഇവോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉരുത്തിരിഞ്ഞു ഉരുത്തിരിഞ്ഞു വരുന്നത് ആരുടെ തിയറിയിൽ നിന്ന് ഇദ്ദേഹം അപ്പൊ ഇൻസ്പയർഡ് ആയത് ഇവോൾഡ് എന്നുള്ള വാക്കൊക്കെ ഏത് തിയറിസ്റ്റാ ഉപയോഗിക്കണേ അത് ഡാർവിൻ ആ പുള്ളി ഡാർവിന്റെ ഒക്കെ തിയറിയിൽ നിന്ന് ഭയങ്കര എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് ആയിരുന്നു പുള്ളി പറയുന്നത് ഈ സൈക്കോളജിക്കകത്ത് ഈ കോൺഷ്യസ്നസ് മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് ഫിസിയോളജിയും കുറച്ച് ബോഡിയും നെർവസ് സിസ്റ്റവും ഒക്കെ പഠിക്കണം എന്ന് ആദ്യമായിട്ട് കണ്ടോ മറ്റൊരു വേറൊരു ഫീൽഡിലേക്ക് മാറിയത് കണ്ടോ നിങ്ങൾ ആദ്യം ഒരു മനസ്സുണ്ട് മനസ്സിന് ഒരു ഘടനയുണ്ട് ഘടനയ്ക്കകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പെരിമെന്റിൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഈ ലാബിലൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങൾ ഈ എന്താ പറയുന്നത് ഈ കെമിസ്ട്രി ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ അതെ അളന്നു തൂക്കി ഇത് എന്തുകൊണ്ടാണെന്നറിയോ ബേസിക്കലി ഈ വൂണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വൂണ്ട് ഒരു സൈ സയന്റിസ്റ്റ് ആയിരുന്നു സയൻസ് റിലേറ്റഡ് ആ പുള്ളി നോക്കിയപ്പം എല്ലാത്തിനും ഒരു ബേസിക് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ ആറ്റം നമുക്ക് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇപ്പം ബേസിക്കലി എനിക്കൊരു പ്രത്യേക പ്രശ്നമുണ്ട് ഞാൻ ഈ പ്ലസ് ടു വരെ സയൻസ് പഠിച്ചതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു കുറച്ച് എന്താ പറയാ എനിക്ക് ഞാൻ ആർട്സ് ആണ് സൈക്കോളജി നമ്മൾ സയൻസ് ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ഒരു ആർട്സ് സ്വഭാവമുണ്ട് നമുക്ക് അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും എനിക്ക് കുറച്ച് പ്രാക്ടിക്കലും എനിക്ക് കുറച്ചും കൂടി ഒരു സയൻസ് ആണ് എനിക്കിഷ്ടം എനിക്ക് ഓക്കെ അതിന്റെ കാരണം എന്താണ് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതിലാണ് കിടക്കുന്നത് മനസ്സിലായോ അതായത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മുടെ ഇപ്പോഴത്തേന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ഈ വില്യം ജെയിംസ് പറയുന്നത് മനസ്സൊരു പുഴ പോലെയാണെന്നും ഈ പുഴേനെ എപ്പോഴും എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിൽ ഏറ്റവും കൂടുതൽ പുള്ളി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മനസ്സ് ഇവോൾഡ് ആണെന്ന് ഇവോൾഡ് എന്ന് പറഞ്ഞാൽ സാഹചര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതിലൊരു ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് പേരെങ്കിലും കാണത്തില്ലേ എല്ലാരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് നിങ്ങൾ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ ഇപ്പൊ കാണുമ്പോ എന്ത് തോന്നാറുണ്ട് മാറ്റമുണ്ടോ മാറ്റമില്ലയോ തീർച്ചയായിട്ടും ഉണ്ട് ആ അപ്പൊ നിങ്ങൾ വെച്ചാൽ ഇപ്പൊ കോൺഷ്യസ്നെസ്സിന് ഒരു ഘടനയുണ്ടെന്നാ പറയുന്നത് അത് മാറ്റമില്ലാത്ത സാധനമായിരുന്നെങ്കിൽ ഇന്നും നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ അതേ രീതിയിൽ തോന്നണ്ടേ പക്ഷെ നമുക്കിപ്പൊ എല്ലാം മാറിക്കൊണ്ടല്ലേ ഇരിക്കണത് അപ്പൊ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ബീങ് ഇവോൾവ് ആണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ സൈക്കോളജിക്കലി അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഇപ്പൊ ഞാൻ ആസ് എ ടീച്ചർ ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ട്രഡീഷണൽ വേ ഓഫ് ടീച്ചർ ആയിരുന്നു ട്രഡീഷണൽ എന്ന് പറഞ്ഞാല് നമ്മൾ ക്ലാസ്സിൽ പോവുക ബുക്ക് നോക്കാതെ പഠിപ്പിക്കുക എൻ്റെ ഒരു കോൺസെപ്റ്റ് ആട്ടോ അത് ബുക്ക് നോക്കാതെ പെർഫെക്റ്റ് ആയിട്ട് പോർഷൻസ് തീർക്കുക ഇപ്പൊ ഞാൻ അറിയാം ഞാൻ ഇന്നേ വരെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ല ഉണ്ടോ സൈക്കോളജി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ലല്ലോ മീൻ ഓൺലൈനിലൊന്നും ഇല്ല ഇത് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജോബ് ആയിട്ടാണ് എനിക്ക് കാരണം നമ്മൾ ടു അവേഴ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ എനിക്ക് എന്റെ മുഴുവൻ കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറില്ല അപ്പൊ അങ്ങനെ ഇല്ലാത്ത പരിപാടിക്ക് ഞാൻ പോവാറില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഓവർ ദ ഇയേഴ്സ് അഞ്ചാറ് ഏഴ് വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറിവ് കൊടുക്കുക എന്ന് മാത്രമല്ല അതിനും അപ്പുറം കുറേ റിലേഷൻഷിപ്സ് ഇപ്പൊ നോക്കണം നമുക്ക് നമ്മള് പിള്ളേര് ശരിക്കും നമ്മളിപ്പോ ഒരു മോഡൽ ആയിട്ടാ മോഡൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഫാഷൻ ടി വിയിലെ മോഡൽ എന്നല്ല മിസ് ഉദ്ദേശിച്ചത് അല്ലാതെ അതായത് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ നല്ലൊരു സാമൂഹിക ജീവി ആയിരിക്കണം നല്ല വ്യക്തിത്വം നമുക്ക് ഉണ്ടാവണം നമുക്ക് നന്നായിട്ട് പെരുമാറാൻ അറിയണം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം ഒരു ടീച്ചറിന് വേണം മറ്റേത് കുറച്ചും കൂടെ എന്താ പറയാ ടീച്ചർ പഠിപ്പിക്കുക പോർഷൻസ് മനസ്സിലാക്കുക നല്ല പോലെ പിള്ളേരുടെ അക്കാഡമിക് വെൽബീയിങ് മാത്രമല്ല അല്ലാതെ ഈ മാറ്റം എന്നിൽ എങ്ങനെയാ വന്നത് ഇപ്പൊ ഒത്തിരി മാറ്റം വന്നു ഇപ്പൊ മാറ്റങ്ങൾ സാഹചര്യങ്ങൾ അത് റിക്വയർ ചെയ്യുന്നുണ്ട് സർക്കംസ്റ്റൻസസ് അത് വേണം എന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെയാ മാറ്റം വന്നത് എൻ്റെ എക്സ്പീരിയൻസസ് ആണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് so my consciousness is being evolve for the purpose of adaptation എനിക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എന്റെ പഴയ മൂരാച്ചി ടീച്ചർ സ്വഭാവം കൊണ്ട് നടന്നാൽ ശരിയാവില്ല I have to evolve I have to change with certain perspective അപ്പൊ അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റ് ശരിയാണ് കണ്ടോ വില്യം ജെയിംസ് എന്താ പറഞ്ഞത് സ്ട്രക്ചറെ പിടിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഫംഗ്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ത് ഫംഗ്ഷൻ ആണത് ചെയ്യുന്നത് ഞാൻ എപ്പോഴും എന്റെ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് കണ്ണ് കണ്ണ് കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും കാഴ്ച ഉണ്ടേലേ കാര്യമുള്ളൂ അല്ലേ അതെ ആ അതുപോലെയാണ് function of consciousness I hope it's clear right okay അപ്പം ഇതിങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ സാധാരണ പറഞ്ഞു വരുമ്പോൾ പറയുന്നത് പക്ഷേ ഇവിടെ ഇതിനു മുൻപ് നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബുക്ക് പ്രമാണിച്ചാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇതിനു മുൻപേ ഒരു ഫീൽഡ് ഉണ്ട് അതായത് ഇപ്പൊ ഈ സ്ട്രക്ചറലിസം ഫംഗ്ഷനലിസത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ പറയുന്ന എന്താണ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ തോട്ട്സ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഒരു ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു ഈ സൈക്കോളജിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും ആരാണ് വെസ്റ്റേൺ സൈക്കോളജിസ്റ്റാണ് നമ്മൾ ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് നമ്മുടെ സൈക്കോളജിയിൽ ഇൻഡിവിജ്വലിസം സെൽഫ് ഞാൻ എന്റെ എന്റെ സെൽഫ് എന്റെ കോഗ്നേറ്റീവ് പ്രോസസ് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഫീൽഡ് സാമൂഹിക നന്മയ്ക്ക് ഊന്നുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിയുടെ നന്മയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഫീൽഡിനെ സൈക്കോളജി എപ്പോഴും എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ അല്ല ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ സൊസൈറ്റി ബിഹേവിയറിനെയാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ല ഒരു ഇൻഡിവിജ്വലിന് തന്നെയാണ് ആ ഇൻഡിവിജ്വലിന്റെ അപ്പം നമുക്ക് അത് ഇന്നേ വരെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ നല്ല കാര്യമില്ല നമ്മളെയല്ലേ നമ്മൾ നന്നാക്കേണ്ടത് എന്ന് നമ്മൾക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നവിടെ വരെ അതിലെന്താ മിസ്സേ കുഴപ്പം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിസ്സേ അതല്ല ഇൻഡിവിജ്വൽ കൂടുന്നതല്ല സൊസൈറ്റി ആ നമ്മൾ അങ്ങനെ അതിനെ അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കും പക്ഷേ നിങ്ങൾ ഈ നമ്മുടെ ഈ ഹിന്ദു പുരാണങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് വ്യക്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ പറയുന്ന പോലെ സമൂഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ കൾച്ചർ ഇപ്പൊ ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ വാല്യൂ എന്ത് കൾച്ചറാണ് നമുക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ആണോ കളക്ടിവിസ്റ്റിക് ആണോ നമ്മുടെ കൾച്ചർ ഇൻഡിവിജ്വലിസ്റ്റിക് ആണോ കളക്ടിവിസ്റ്റിക് ആണോ ആ നമ്മുടെ ഒരു കളക്ടിവിസ്റ്റിക് പക്ഷെ നമ്മുടെ സൈക്കോളജി നമ്മൾ നമ്മൾ അപ്പോൾഡ് ചെയ്യുന്ന സൈക്കോളജി കളക്ടിവിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണോ നിൽക്കുന്നത് അല്ല അപ്പം നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ എന്തുമാത്രം വെസ്റ്റേൺ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതാണ് ഈ നിങ്ങളുടെ ഈ ബ്ലോക്ക് വണ്ണിന്റെ യൂണിറ്റ് വണ്ണിൽ ഈ ഓദർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു സൈക്കോളജി മാത്രമല്ല ഉള്ളത് വേറെ വേറൊരു ഫീൽഡ് ഓഫ് സൈക്കോളജി ഉണ്ട് അതായത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് നോൺ വെസ്റ്റേൺ സൈക്കോളജികളെ ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല നമ്മൾ നമ്മുടെ സ്റ്റഡികളിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന പോലത്തെ കൾച്ചറിനോ സൊസൈറ്റിക്ക് ഒന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന അക്കാഡമീഷ്യൻസ് ചെയ്യുന്ന റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് എന്ന് പറഞ്ഞാൽ എന്താ വേരിയബിൾസിനെ കുറച്ച് വാല്യൂ ആക്കി മാറ്റി വാല്യൂനെ നമ്മൾ നമ്മളിങ്ങനെ കണക്ക് പറയാൻ നമ്മൾ പറയില്ലേ കണക്കിനകത്തെ പ്രത്യേകത എന്താണ് നമ്പറിന്റെ പ്രത്യേകത എന്താണ് നമ്പറിന്റെ പ്രത്യേകത എന്താ അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് മാത്ര അഞ്ച് അഞ്ചര ആവുമോ ഇല്ല ഇല്ല അതായത് പ്രിസൈസ് ആണ് അതിനകത്തൊരു മാറ്റമില്ല ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു കോൺസ്റ്റന്റ് എൻറ്റിറ്റി പോലെയാണ് അത് നിൽക്കുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് വണ്ണിനകത്തെ historical and physiological context of psychological തോട്ടിൽ പറയുന്നത് ഒത്തിരി തരം അതായത് ഫിലോസഫിയിൽ നിന്ന് എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായത് അതിൽ ഫിലോസഫി നമ്മൾ ഈ പറയുന്ന പോലെ ബേസിക്കലി രണ്ട് തരം ഫിലോസഫിക്കൽ തോട്ട് ഉണ്ടായിരുന്നു എംപെരിസിസോ ഉണ്ടായിരുന്നു റാഷണലിസോ ഉണ്ടായിരുന്നു എംപെരിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് അതാണ് പിന്നീട് വെസ്റ്റേണും എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലേക്ക് മാറിയത് റാഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ യുക്തിനെ ബേസ് ചെയ്തിട്ട് പക്ഷെ യുക്തിനെ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജി ഒരിക്കലും നമ്മൾ അങ്ങ് അധികം മുന്നോട്ട് പോയിട്ടില്ല കാരണം അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ യുക്തിപൂർവ്വം നമ്മളൊരു കാര്യത്തിനെ എന്നാ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫിലോസഫിക്കലി നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നതിൽ എളുപ്പമാണ് ഒരു നമ്പർ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞത് അതായത് രണ്ട് തരം ഫിലോസഫിക്കൽ തോട്ട്സ് ഉണ്ട് എംബെറിസിസും ഉണ്ട് റാഷണലിസും ഉണ്ട് എംബെറിസിസം ആണ് പിന്നീട് എന്തായി മാറിയത് അതായത് empiricism is a science that focus on the evidences അതായത് നമ്മൾ പറഞ്ഞല്ലേ തെളിവുകളെ ആധാരമാക്കിയിട്ടുള്ളത് ഈ എക്സ്പെരിമെന്റൽ ലാബും സൈക്കോളജി എല്ലാം എന്തിന് നമ്മളിപ്പോ കൊടുക്കും ഫോക്കസ് ചെയ്യുന്ന സൈക്കോളജി കൂടുതൽ എന്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാ എംബിറിസത്ത് പക്ഷെ നമ്മൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വേറൊരു സാധനം റാഷണാലിസത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതേതാ ഒരു പുതിയ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് അതായത് ഈ സൈക്കോളജിയുടെ ഈ മനുഷ്യത്വരഹിതമായ കുറെ ഇതിൽ നിന്ന് മാറി കുറച്ചും കൂടെ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ കരുതുന്ന ഒരു ഒരു ഒരു സൈക്കോളജി ഉണ്ട് അതേതാ സൈക്കോളജി ആ അത് അത് അതിന്റെ ഒരു ഔട്ട്ഗ്രോത്ത് അതിന് തൊട്ട് മുൻപ് അയ്യോ സൈക്കോ ആ വെരി ഗുഡ് ഹ്യൂമനിസ്റ്റിക് സൈക്കോനാലിസിസ് പറയരുത് കേട്ടോ സൈക്കോനാലിസിസ് പറയണത് മനുഷ്യനൊരു ചീഞ്ഞളിഞ്ഞ വ്യക്തിയാണെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ സൈക്കോളജിനെ നെഗറ്റിവിസ്റ്റിക് ആക്കിയ ഫീൽഡാണ് സൈക്കോനാലിസിസ് കാരണം സൈക്കോനാലിസിസ് എന്താ പറയുന്നത് മനുഷ്യന് അവന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് അവന്റെ ജീവിതം മുഴുവൻ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഭയങ്കര പെർഫെക്റ്റ് ആണോ അല്ല പക്ഷെ അതിന് അതിന്റേതായ പ്രത്യേകത ആ അതാണ് നമ്മൾ ആ ഈ ഫ്രോയിഡിന്റെ തിയറിനെ നമ്മൾ അങ്ങ് പിടിച്ചു വെച്ചു പക്ഷെ എത്രയോ ആളുകളുണ്ട് അവനവന്റെ സൈക്കോളജിക്കൽ ഇപ്പൊ ഈ മാസ്ലോ മാസ്ലോ ഇല്ലേ നിങ്ങൾ പഠിച്ചല്ലേ മാസ്ലോനെ മാസ്ലോ മാസ്ലോന്റെ അമ്മേനെ എന്നാന്ന് വിളിക്കുന്നറിയാമോ അറിയാമോ ജന്തു എന്നാ വിളിക്കുന്നത് അതായത് ദാറ്റ് ഒബ്ജക്റ്റ് ക്രീച്ചർ എന്നാണ് വിളിക്കുന്നത് അത്രയും നെഗറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേരന്റിങ് ഉണ്ടായിട്ട് പോലും മാത്സിൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള അത്രയും വലിയൊരു തിയറി ഉണ്ടാക്കി അപ്പം ഈ ഹ്യൂമനിസ്റ്റിക് തിയറിസ്റ്റ് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ച് വളർന്നാലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കഴിവും പൊട്ടൻഷ്യൽസും വില്ലും ഉണ്ട് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ കുഴിയിലാണ് കിടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അതിനെ നന്നാക്കി വരാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് ഏതെന്ന് പറയണത് ഹ്യൂമനിസം അപ്പൊ ഈ ഹ്യൂമനിസം ഏത് ഏതിനെ ബേസ് ചെയ്തിട്ട് എംപിറിസിസ് ആണോ റാഷണലിസം ആണോ റാഷണലിസം റാഷണലിസം കിട്ടിയോ നിങ്ങൾക്ക് അതായത് എന്തുകൊണ്ട് ചിലര് നന്നാവുന്നു എന്തുകൊണ്ട് ചിലര് നന്നാവുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അതിന് ഉത്തരമില്ല നമുക്ക് കൊടുക്കാൻ അത് ഓരോരുത്തരും അവനവന്റെ കേപ്പബിലിറ്റീസിനെ കാണുന്നത് ഇപ്പൊ നമ്മള് ഒരേ വീട്ടില് ഒരമ്മ വളർത്തുന്ന എല്ലാ പിള്ളേരും ഒരേപോലെയാണോ ചിന്തിക്കുന്നത് അല്ല അല്ല വ്യത്യാസമായിട്ടില്ലേ ഇരിക്കുന്നത് അത് ഓരോരുത്തരും ഒരു കാര്യത്തിനെ എങ്ങനെ മനസ്സിലാക്കുന്നു ഇപ്പം ഞാനിപ്പൊ എന്റെ ക്ലാസ്സിൽ പോയിട്ട് വഴക്ക് പറഞ്ഞാല് അതില് എന്നെ എന്റെ പൊസിഷനിൽ നിന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ പറയും അയ്യോ മിസ്സിന് ചിലപ്പോൾ സങ്കടം വന്നിട്ടായിരിക്കും ചിലർ പറയും ഓ അമ്മച്ചി എപ്പോഴും ഇങ്ങനെയാ എപ്പോഴും വഴക്കേ പറയത്തുള്ളൂ ഇത് രണ്ടും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ലേ പറയണത് അപ്പം ഡിപ്പെൻഡിങ് ഓൺ ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അത് റാഷ്ലെസ് ആണ് മനസ്സിലായോ ഓക്കെ അപ്പം നിങ്ങൾ പഠിച്ചു വരുമ്പോഴും ഈ സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാ വരുന്നത് റാഷണലിസം ആണോ എംപെറിസിസം ആണോ എംപെറിസിസം എംപിറിസിസം അത് കഴിഞ്ഞ് ഹ്യൂമനിസത്തിലേക്കും ജസ്റ്റാൾഡിലേക്കും ഒക്കെ വരുമ്പോഴാണ് ഇത് എന്തിലേക്ക് പോണത് റാഷണലിസം ഇത്രയും കോൺസെപ്റ്റ് കിട്ടിയോ നിങ്ങക്ക് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ അതാട്ടോ നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വൂണ്ട് എഴുതിയ ഒരു ബുക്കിന്റെ പേരാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി പുള്ളി നമ്മൾ പറഞ്ഞില്ലേ വില്യം ജെയിംസ് ഫിസിയോളജിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിലും സയൻസും സയൻസിന്റെ ഈ വൂണ്ട് ശരിക്കും പഠിച്ചത് ഫിസിയോളജിയുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതായത് ഒരു ഒരു സയൻസ് സബ്ജക്ട് പഠിക്കുന്ന പോലെയാണ് പുള്ളി സൈക്കോളജിനെ പഠിക്കാൻ ശ്രമിച്ചത് അല്ലാണ്ട് മനസ്സിന്റെ ഫിസിയോളജി അല്ല പുള്ളി പഠിക്കാൻ ശ്രമിച്ചത് മറിച്ച് ഒരു ഫിസിയോളജി എങ്ങനെയാണോ അതായത് ഒരു സയൻസ് സബ്ജക്ട് എങ്ങനെയാണോ അതിന്റെ ഡിസിപ്ലിൻ കാരണം ഇവരൊക്കെ വിചാരിച്ചത് സയൻസ് ആണ് ടോപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പൊ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ സൈക്കോളജി ബി എ പഠിച്ചിട്ട് എം എസ് സി സൈക്കോളജി എടുത്ത വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്തിനാ പഠിക്കണേന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ബി എ സൈക്കോളജി അപ്പൊ ബി എ ആണോ പഠിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു ഇൻഫാക്ട് എനിക്ക് പഠിക്കുന്ന പഠി ഞാൻ എം എഡ് പഠി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മിസ് ഉണ്ടായിരുന്നു എനിക്ക് അതേ ആ മിസ് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയും പറയുമ്പോൾ മിസ് എന്നോട് ചോദിക്കും താൻ ഏതാടോ ഞാൻ പറയും ഞാൻ സോഷ്യൽ സയൻസ് ആണ് മിസ് ബി എഡിന് എംബഡിന് ഒക്കെ നമുക്ക് സ്ട്രീംസ് ഉണ്ട് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ മിസ് എന്നോട് പറയും ആ മിസ് പറയുന്ന കാര്യമായിരുന്നു ആ സോഷ്യൽ സയൻസ് അവിടെ ഇരുന്നേ വല്ല ഫിസിക്കൽ സയൻസോ നാച്ചുറൽ സയൻസോ ഒരു ഉത്തരം പറഞ്ഞെന്ന് പറയും അത് എന്താ ആറ്റിറ്റ്യൂഡാ എന്തുകൊണ്ടായിരിക്കും ആ മിസ്സിന് അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് സയൻസ് പഠിക്കുന്നവർ കുറെ കഴിവ് കൂടിയ ഇല്ല സയൻസ് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആണ് സയൻസ് നമ്മൾ പറഞ്ഞാൽ കുറച്ചും കൂടെ സയന്റിഫിക് ആണ് സയൻസ് അപ്പൊ ഈ ഇത് തന്നെയായിരുന്നു പാവം വൂണ്ടിന് പാവം അല്ല ഊണ്ടിരി ഇത് തന്നെയായിരുന്നു ഊണ്ട് സൈക്കോളജീനെ മെത്തേഡ്സ് ഓഫ് ഫിസിയോളജി അല്ലെങ്കിൽ ഒരു സയൻസ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഊണ്ട് എന്തിനെ കൈകാര്യം ചെയ്തത് സൈക്കോളജീനെ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത് ഈ പറയുന്ന മൂണ്ടിയൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി പുള്ളി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് കിട്ടിയോ ആ ഓക്കെ അപ്പൊ സ്ട്രക്ചറലിസം ബിഹേവിയറിസം കഴിഞ്ഞു പിന്നെ വന്ന സ്ട്രീം ഏതായിരുന്നു structuralism functionalism behaviourism sorry sorry കഴിഞ്ഞ് പിന്നെ വന്ന സ്ട്രീം ബിഹേവിയറിസം ആ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത് റാഷണലിസത്തിനെയാണോ എംബ്രിസത്തിനെയാണോ ഏ കാരണം എന്താണ് അവിടെ പക്ക നമ്മൾ പറയില്ലേ ഇങ്ങനെ നമ്മൾ ചില സിനിമയില് തിലകന്റെ ഒക്കെ ക്യാരക്ടർ പറയുന്ന പോലെയാണ് കടുംപിടുത്തമാണ് അവിടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബിഹേവിയർസുകാരും സൈക്കോളജിനെ എങ്ങനെ എങ്ങനെ ഡിഫൈൻ ചെയ്തത് സൈക്കോളജി ഇസ് സ്റ്റഡി ഓഫ് എന്തെന്നാ പറഞ്ഞത് ബിഹേവിയർ ആ ബിഹേവിയർ ആൻഡ് ബിഹേവിയർ എന്താണെന്നാ അവർ പറഞ്ഞത് internal behavior is the ുള്ളതിന്റെ പുറത്തേക്കുള്ള ബഹിർസ്ഫുരണം <laughs> എന്തോ ആ റെസ്പോൺസ് ടു സ്റ്റിമുലസ് അതായത് എനിക്കിവിടെ പ്രാധാന്യമൊന്നുമില്ല ബിഹേവിയറിസം പറയുന്നത് എന്നെ ആരെങ്കിലും അടിച്ചാൽ എനിക്ക് സ്റ്റിമുലസ് ഉണ്ടായാൽ ഞാൻ റെസ്പോൺസ് ചെയ്തിരിക്കും നമ്മൾ എല്ലാവരും പക്ഷെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുണ്ട് ടീച്ചേഴ്സിനും അമ്മമാർക്കും അല്ലേ അല്ലേ ബിഹേവിയറിസ്റ്റിന്റെ തിയറി പ്രകാരം എനി റെസ്പോൺസ് ടു സ്റ്റിമുലസ് ആണെങ്കിൽ എന്ത് ബിഹേവിയർ അവിടെ ഉണ്ടാവണം ഏ ബിഹേവിയറിസംകാര് പറയണത് any response to a stimulus is behaviour പക്ഷെ അവർ പറഞ്ഞ അത് മാത്രമാണ് സൈക്കോളജി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് റിയാലിറ്റി ആണോ അത് സത്യമാണോ അത് എക്സ്പീരിയൻസ് ആ നമ്മുടെ കോപ്പറേറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതായത് എന്റെ മനസ്സിന്റെ ചിന്തകളും എന്റെ ധാരണകളും എല്ലാം ഇമ്പോർട്ടന്റ് അതുകൊണ്ടല്ലേ ഒരു ടീച്ചർ ഇപ്പൊ ഞാൻ അടിക്കുമ്പോൾ ബിഹേവിയറിസംകാർ പറയണത് റെസ്പോൺസ് ചെയ്യുമ്പോൾ സ്റ്റിമുലസ് കൊടുത്താൽ റെസ്പോൺസ് ചെയ്യും അപ്പം ബിഹേവിയേഴ്സിനനുസരിച്ച് ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു കുട്ടീനെ അടിച്ചാൽ തിരിച്ചാ കുട്ടി റിയാക്ട് ചെയ്യണം പക്ഷെ കുട്ടികൾ റിയാക്ട് ചെയ്യാറുണ്ടോ ടീച്ചറിന്റെ അടുത്ത് ഒരുമാതിരിപ്പെട്ട ഏതെങ്കിലും കുട്ടി റിയാക്ട് ചെയ്യുമോ ഇല്ല അവിടെ കാരണം എന്താ അതർ കൊഗ്നറ്റീവ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ ആര് ശ്രദ്ധിച്ചിട്ടില്ല ആര് ശ്രദ്ധിച്ചിട്ടില്ല ചിലർ ചാർജ് നിൽക്കുന്നുണ്ട് ബിഹേവിയറിസംകാർ ശ്രദ്ധിച്ചിട്ടില്ല അതിനെ പിന്നീട് ശ്രദ്ധിച്ചതാണ് ആര് ഹ്യൂമനിസംകാർ വരുന്നത് സോ ഹ്യൂമനിസംകാർ കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ ഫിനമിനോളജി എന്നൊരു ഫീൽഡ് ഉണ്ട് എന്താ ഫിനമിനോളജി എന്ന് പറഞ്ഞാല് study of first hand experience എന്ന് പറയും അതായത് നമുക്ക് എങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തു അതിനെ പഠിക്കുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത് ഓക്കെ കിട്ടിയോ ആ ഈ കൊഗ്നറ്റീവ് സൈക്കോളജിസ്റ്റുകളൊക്കെ പഠിക്കുന്നത് ഫിനോമിനോളജിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ജീൻ പിയാഷെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പിയാഷയുടെ തിയറി പഠിച്ചതാണോ പിയാഷയുടെ തിയറി പഠിച്ചിട്ടുണ്ടോ ജീൻ പിയാഷയുടെ കോഗ്നറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ ആ അദ്ദേഹം യൂസ് ചെയ്തത് ഏതാണ് ഫിനോമിനോളജിയാണ് പുള്ളി നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഫീൽ ചെയ്യുന്നത് ഒരു കാര്യം ഒരു കുട്ടി കാണുമ്പോൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു ഫസ്റ്റ് ആണ് ആ കുട്ടി അതിനെ എങ്ങനെ എന്താ പറയുന്നത് ഇപ്പം ആ കുട്ടി ഓരോ എക്സ്പീരിയൻസിനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചാണ് അല്ലെങ്കിൽ സ്കീം എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പുള്ളി പഠിച്ചത് ഇതെല്ലാം റാഷ്ലിസമാണ് ആണ് ഈ പറയുന്നതെല്ലാം റാഷണലിസം പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ ആ ഫസ്റ്റ് പറ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെ എല്ലാ ഫീൽഡിനെ കുറിച്ചും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് അതായത് സൈക്കോളജിയിൽ ഏതൊക്കെ ഫീൽഡാണ് എംബിരിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതൊക്കെ ഫീൽഡാണ് റാഷണലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ ആ ബ്ലോക്ക് വണ്ണിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കിട്ടിയോ കിട്ടി കിട്ടി നല്ല ഓക്കെ അപ്പം ഈ അതിന്റെ ഇടയ്ക്ക് കുറെ എന്താ പറയുന്നത് ഈ വോൾക്കർ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് ഈ വൂണ്ട് ഉണ്ടാക്കിയ ഒരു പുതിയ ഫീൽഡ് ആട്ടോ വോൾക്കർ സൈക്കോളജി കണ്ടായിരുന്നോ അതായത് വൂണ്ട് ആദ്യം ഭയങ്കര എക്സ്പെരിമെന്റൽ സൈക്കോളജിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിലും പിന്നെ പുള്ളിയും പയ്യെ എന്താ പറയുന്ന കൾച്ചറിനും സോഷ്യലിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് പുള്ളിയുടെ അവസാന കാലഘട്ടം മുഴുവൻ പുള്ളി ഇതിനാണ് ഈ വോൾക്കർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിലും അത് അധികം അങ്ങോട്ട് ഫേമസ് ആയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വൂണ്ടിന്റെ എന്തിനെ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ സൈക്കോളജിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾ എത്ര പേര് ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് ഈ one zero six one zero six വായിച്ചവരുണ്ട് ഈ കൂട്ടത്തില് അസൈൻമെന്റ് എഴുതാനും വായിച്ചിട്ടുണ്ട് ഓക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നിയ ഡൗട്ട് എന്നോടൊന്ന് ചോദിക്കാമോ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്തുവാ നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യായിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ വായിച്ചിട്ട് നിങ്ങൾ അനിലിനോട് ഒന്ന് ഒന്ന് കോണ്ടാക്ട് ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന എന്നൊക്കെയാണ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പ്രിപ്പയർ കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഫുൾ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ടൈം വേണം എനിക്ക് ഇപ്പൊ നോക്കിയാൽ നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു മണിക്കൂറായി അപ്പൊ നിങ്ങൾ വായിച്ചപ്പോ നിങ്ങൾക്ക് തോന്നിയ ഡൗട്ട് ഒന്ന് പറയാമോ ആരെങ്കിലും എന്തെങ്കിലും അതേ വെച്ച് എന്നാ തുടങ്ങായിരുന്നു പിന്നെ അന്ന് മിസ് അടുത്ത ഇതിനകത്തേക്ക് വൺ ഓക്കെ വൺ പോയിന്റ് ടൂയില് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത് പൊതുവെ ഈ ഈ എന്താ പറയുന്നത് നമ്മൾ പറയല്ലേ എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ചർ കാല ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് സൈക്കോളജീനെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മൾ സൈക്കോളജിയിലെ വളർച്ചേനെ ആൾക്കാർ പറയുന്നത് ഒന്നാമത്തേതാണ് ഗ്രേറ്റ് മാൻ എന്ന് പറയും ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു ഫീൽഡ് ഇപ്പൊ നമ്മള് വൂണ്ടിനൊക്കെ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാനം ഈ ഗ്രേറ്റ് മാനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തേതാണ് ഗിസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ചില ഫീൽഡുകൾ കാലക്രമേണ പയ്യെ പയ്യെ അങ്ങ് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരും അതായത് അതിനകത്ത് ഈ ഗ്രേറ്റ് മാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനുമപ്പുറം സാഹചര്യങ്ങൾ അങ്ങ് നമ്മളെ അങ്ങ് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് കൊണ്ടുപോകും പറഞ്ഞു മനസ്സിലായോ ഓക്കെ ആ ഇതിനെയാണ് ഈ സേഫ് ഗിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ ചില മാറ്റങ്ങള് നമ്മൾ അതിന്റെ ഒപ്പം നമ്മൾ അങ്ങ് ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്നു ഒരു കാലം വരെ ഈ എന്റെ അപ്പനൊക്കെ നീ ഫോണെ കുത്തിക്കൊണ്ട് കളിക്കുക എന്ന് പറയുമായിരുന്നു പക്ഷെ കൊറോണ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും ഫോണെ കുത്താൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പൊ ഈ ഫോണെ കുത്തുക എന്നുള്ളൊരു സാധനം യൂത്ത് പിള്ളേരുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇപ്പൊ എല്ലാരും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിനെക്കുറിച്ചുള്ള കുറ്റം പറയലില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് നിങ്ങളെല്ലാം പേരൻസ് ആയതുകൊണ്ട് കൂടെ കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ അത് ഒരാള് കാരണം വരുത്തിയ ചേഞ്ച് അല്ല അത് അത് നാച്ചുറലി നമ്മൾ പറഞ്ഞില്ലേ സാഹചര്യങ്ങളുടെ ഒപ്പം കൾച്ചറും സോഷ്യലും എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഓക്കെ അതുപോലെ ഈ എപ്പോഴും പറയുന്ന സൈക്കോളജിയിലുള്ള ഒരു ടേം അല്ലെങ്കിൽ നമ്മൾ ഈ സൈക്കോളജി അല്ല എല്ലാ സ്ഥലത്തും നിങ്ങളിപ്പോ ഈ സെമിനാർസ് ഒക്കെ പറയുമ്പോ പാരഡൈം ഷിഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് പാരഡൈം പാരഡൈം എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് തോമസ് എസ് കൂൺ എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി പറയുന്നത് ഈ പറയുന്നത് നമ്മളിങ്ങനെ ഒരാൾ കാരണമല്ല എല്ലാ ഫാക്ടേഴ്സും കൂടെ കൂടുമ്പോൾ നമുക്കൊരു മാറ്റം വരും സൈക്കോളജിയും ഇതുപോലെ എല്ലാ സയൻസിനും ഇതുപോലത്തെ മാറ്റം വന്നിട്ടുണ്ട് സൈക്കോളജിയിലും ഇങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഓരോ കാലം കഴിയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഫാഷൻസ് ഇല്ലേ ഫാഷൻ നമ്മൾ ഈ ഇടുന്ന ഡ്രസ്സിന്റെ ഫാഷൻ ഇല്ലേ നമ്മുടെ ഈ ഫാഷൻ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് ഒരു ദിവസം കൊണ്ടാണോ ഫാഷൻ മാറുന്നത് ആണോ അല്ല അല്ല അതൊരു പാരഡൈം ഷിഫ്റ്റാ പയ്യെ പയ്യെ ഇപ്പൊ എനിക്ക് എനിക്ക് പെണ്ണുങ്ങളുടെ ഞാൻ പെണ്ണായതുകൊണ്ടും നമ്മൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് കേട്ടോ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു കാലം വരെ ചുടി ബോട്ടമായിരുന്നു ചുടി ബോട്ട് അങ്ങ് മാറി അത് ഇച്ചിരി ലൂസ് ആകും പിന്നെ അത് പെൻസിലാകും പിന്നെ ചിലപ്പോൾ പല്ലാസ് ഇങ്ങനെ ഇങ്ങനെ കാലക്രമേണ അതങ്ങ് മാറി പോകും this is a paradigm shift ആണ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകും അതാണ് ഈ പാരഡൈം എന്ന് പറഞ്ഞൊരു വാക്ക് തോമസ് എസ് കൂണിന്റെ ആട്ടോ പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളി എന്താ പാരഡൈം എന്ന് ഉദ്ദേശിച്ചത് കാരണം ഒരു ബുക്കിൽ ഇരുപത്തൊന്ന് രീതിയിലാണ് പുള്ളി പാരഡൈം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത് അതാണ് അവിടെ അത് അവിടെ ആ ഫുൾ വൺ പോയിന്റ് ടൂവില് ഇങ്ങനെ പാരഡൈം റിലേറ്റ് ചെയ്ത് പുള്ളി പറയണത് ഓക്കെ മനസ്സിലായോ ഇപ്പൊ പാരഡൈം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ഇതൊരു ഒരു എന്താ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പയ്യെ പയ്യെ കുറെ നാൾ സ്ട്രക്ചറലിസ്റ്റിനെ താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോ പയ്യെ ഒരു ചേഞ്ച് ഉണ്ടായി അതാണ് എന്തിലേക്ക് മാറിയത് സ്ട്രക്ചറലിസം കഴിഞ്ഞ് എന്താ വന്നത് ഫങ്ഷണലിസം കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ പയ്യെ അത് അടുത്ത ഫീൽഡിലേക്ക് പോയി അതേതായിരുന്നു ബിഹേവിയറിസം ബിഹേവിയർ അത് കഴിഞ്ഞപ്പോ പിന്നെയും ആൾക്കാർ നോക്കിയപ്പോ നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബിഹേവിയറിനെ പഠിക്കരുത് നമ്മൾ എന്താ സയൻസ് ആണോ നമ്മൾ മനുഷ്യന്റെ മനസ്സിനെയും കൂടെ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് തിരിച്ച് ബിഹേവിയർ സയൻസിനെ തട്ടിക്കളഞ്ഞിട്ട് പക്കാ സയൻസിനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ് എന്തിലേക്ക് വന്നത് ആൾഡും അതുപോലുള്ള സ്കൂൾസിലേക്ക് വന്നത് മനസ്സിലായോ കിട്ടിയോ ഇല്ല എന്തിലേക്ക് വന്നു പിന്നെ Gestalt, okay. gestalt. Well, gestalt, so all, all total. Uh, എന്ന് പറയുന്നതിനകത്തേക്ക് അതായത് അവിടെ പറയുന്ന നമ്മളിങ്ങനെ മനുഷ്യനെ ഇങ്ങനെ എന്താ പറയുന്നത് സ്റ്റിമുലസ് ടു റെസ്പോൺസ് മാത്രമല്ല കാണേണ്ടത് ചിലപ്പോ ചിലര് എല്ലാ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഇപ്പം ഞാൻ എന്റെ മകനെ തല്ലിയാല് എന്റെ മകൻ എന്നെ തിരിച്ചടിക്കത്തില്ല പക്ഷെ അതേ തല്ല് അതേ ശക്തിയില് അവന്റെ അമ്മയല്ലാതെ അവന്റെ ഒരു ചേച്ചി വല്ലതും തയ്ച്ച് അവൻ തിരിച്ച് അവൻ തിരിച്ച് അടിക്കില്ലേ ആ അതെന്താണ് അവന്റെ അതർ ഫാക്ടേഴ്സ് അപ്പൊ മനസ്സ് അപ്പൊ മെന്റൽ പ്രോസസ്സുകളും കൂടെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് മനുഷ്യനെ ഇങ്ങനെ സ്മോൾ പാർട്സ് ആയിട്ട് കാണാൻ പറ്റത്തില്ല we have to understand them as a whole എന്നാണ് പറയുന്നത് അതാണ് ജസ്റ്റാൾഡ് പറയുന്നത് ആ അപ്പൊ ഈ സെയ്ഗിസ്റ്റുകാർ പറയണം നമ്മൾ പറഞ്ഞില്ല രണ്ടു തരം അപ്രോച്ച് ഉണ്ടായിരുന്നു ഗ്രേറ്റ് മാനും സെയ്ഗിസ്റ്റും ഇപ്പൊ സെയ്ഗിസ്റ്റുകാർ പറയണത് നമ്മൾ എന്ത് സാധനം എവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ അതിന്റെ സാഹചര്യം മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കൊറോണ വന്നു കൊറോണ വന്നപ്പോ നമുക്ക് കുറെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വന്നു ഇല്ലേ കൊറോണയുടെ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നില്ലേ ആ അതപ്പോ എന്താ ഒരു സേഗിസ്റ്റ് അപ്രോച്ച് അപ്പം ഏത് അപ്രോച്ച് പഠിക്കുമ്പോഴും നിങ്ങൾ അതും കൂടെ ഓർക്കുക ലൈക്ക് അവിടുത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സൈക്കോളജിയിൽ ഈ നോൺ ഈ വെസ്റ്റേൺ അതിപ്രസറിന് ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം ആ സമയത്തെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്പീരിയൻസസ് അങ്ങനെയായിരുന്നു അതായത് ലോകത്തിന്റെ മുഴുവൻ പവറും വെസ്റ്റേൺ ആൾക്കാരുടെ കയ്യിലാണ് അവര് പറയുന്നത് മാത്രമേ ആളുകൾ കേൾക്കത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് വെസ്റ്റേൺ സൈക്കോളജിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത് വേറെ ഒരു ഫീൽഡിനും വരാത്ത പോലെ വെസ്റ്റേൺ സൈക്കോളജിയും നോൺ വെസ്റ്റേൺ ഒരു ഫീൽഡ് തന്നെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നോടെ വരെ നിങ്ങൾക്ക് ഇതിനൊരു ഒരു പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇല്ല അതെന്തുകൊണ്ടാ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കാണ് അതാണ് കറക്റ്റ് അത് മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് ആ ഒരു ആ ഒരു നമ്മൾ അല്ലേ അങ്ങനെ ഒരു തോട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത് അതാണ് ഈ സൈഗിസ്റ്റ് അപ്രോച്ച് പറയുന്നത് ബിക്കോസ് നമ്മുടെ കൾച്ചർ അതാ പറയുന്നത് അമേരിക്കക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളല്ലേ ഭൂർശ്വാസി നമ്മൾ ഈ പറയുന്നത് പൈസ ഉള്ളവർ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണ് അല്ലാത്ത എല്ലാം തെറ്റാണ് എന്നുള്ള നമ്മുടെ ഒരു ധാരണ വെസ്റ്റേൺ സൈക്കോളജി പൂർണ്ണമായി പ്രൂവ് ചെയ്തതാണല്ലോ ഇന്ത്യൻ സൈക്കോളജി അതുപോലെ അല്ലല്ലോ എന്തോ വെസ്റ്റേൺ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പ്രൂവ് എക്സ്പെരിമെന്റ് ചെയ്ത് പ്രൂവ് ചെയ്തതാണ് ഇന്ത്യൻ സൈക്കോളജി അതുപോലെ അതാണ് നമ്മുടെ പ്രത്യേകത അതായത് നമ്മൾ എംബ്രിസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ് ഈ പറഞ്ഞു വന്നത് അതായത് റാഷണലിസം എന്ന് പറയുന്ന ഒരു തോട്ടിനെ നമ്മൾക്ക് അതെന്താണെന്നറിയാമോ അത് പഠിച്ചെടുക്കാൻ പാടാണ് ആക്ച്വലി റാഷണലിസം നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ പറഞ്ഞു കൊടുക്കാൻ പാടാ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഏതെന്ന് പറയുന്നത് ഈ എക്സ്പെരിമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ഈ സയന്റിഫിക് സൈക്കോളജി എന്ന് പറയുന്നത് എംബിരിസിസം നമുക്ക് നമ്മുടെ ഈ പറയുന്ന പോലത്തെ എന്താ പറയുക സെൽഫ് സെൽഫ് ഡിസിപ്ലിനോ വേദങ്ങളിലും സെൽ എന്താ പറയുന്നത് ഈ ഹിന്ദുവിസം ജൈനസത്തിലൊക്കെ പറയുന്ന പോലത്തെ അതൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ പാടാണ് ഇപ്പം ചൈനീസുകാർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ടോട്ടാലിറ്റിസം ആണ് ടാറ്റോയിസോ ടായോയിസോ അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നുണ്ട് അതായത് അവര് എല്ലാവരും ഒരുപോലെ നന്നാവണം ഇൻഡിവിജ്വൽസിനല്ല അവിടെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൊസൈറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ ചൈനീസുകാരുടെ ആ ഫിലോസഫി ചൈനീസിൽ പോലും എന്താ പറയുന്നത് അവര് മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ വേറെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിനെയാണല്ലോ നമ്മൾ ഈ കമ്മ്യൂണിസം എന്നൊക്കെ വിളിക്കുന്നത് കമ്മ്യൂണിസം ബേസിക്കലി എന്തിനെയാ സൊസൈറ്റിയുടെ അപ്ലിപ്മെന്റ് അല്ലേ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ആസ് എ ഹോൾ അതെ സൊസൈറ്റി സ്റ്റേറ്റ് ആ സൊസൈറ്റിയുടെ അപ്ലിപ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് വേറെ ആരും ഇതെടുക്കത്തില്ല കാരണം നമ്മൾ ഈ പറയുന്ന പോലത്തെ എന്താ പറയുക വെസ്റ്റേൺ കൾച്ചറിന് അത് മാച്ച് അല്ല അവിടെ കാശുള്ളവൻ കൂടുതൽ കൂടുതൽ കാശ് വെച്ചാൽ ഉള്ളവന് കൂടുതൽ കൂടുതൽ കിട്ടുക പക്ഷെ അതേ ആ പ്രിൻസിപ്പിളെ അല്ല കമ്മ്യൂണിസത്തിൽ പറയണത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഉള്ള ഒരു മാനസികാരോഗ്യം അതല്ല മാനസികാരോഗ്യം ഉള്ളതും കൂടുതൽ കൂടുതൽ നന്നാവുക കുറച്ചും കൂടെ കൂടുതൽ കൂടുതൽ ബെറ്റർ ആവുക നമ്മളിപ്പോഴും അതിനെ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ടോ എല്ലാവരുടെയും അപ്ലിഫ്റ്റ്മെന്റ് ഒരേപോലെ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം എന്ന് നമ്മളൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ വരുന്നത് നമ്മൾ അത് മുന്നിൽ കാണുന്നുണ്ടോ നമ്മള് ഇല്ല എല്ലാരും സെൽഫിഷ് അല്ലേ അതാണ് പറഞ്ഞത് നമ്മളപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് മനസ്സിലായത് നമ്മള് നമ്മുടെ കുറ്റം മുഴുവൻ ആരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു ആരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു മറ്റുള്ളവരുടെ വെസ്റ്റേൺ വെസ്റ്റേൺ സൈക്കോളജിയുടെ പുറത്തേക്ക് കുറ്റം മുഴുവൻ വെച്ചു കൊടുക്കുകയാണ് അവരങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടിരിക്കുന്നത് വേറെ ആരെയും നമ്മൾ എടുക്കുന്നില്ല അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലെ ഹിന്ദുസവും ബുദ്ധിസവും ജൈനിസവും സിഖിസവും ഒക്കെ ഭയങ്കര എന്താ പറയുന്നത് വളരെ വിശാലമായ ചിന്താഗതി ചിന്താഗതികളോടുകൂടി ഉള്ളവരാണ് നമ്മൾ നമ്മളിപ്പോ പറയുന്നില്ലേ നമ്മുടെ ആത്മാവ് നന്നാവണം നമ്മുടെ ഇതിനകത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡും കൂടെ നമുക്ക് വരുന്നുണ്ട് മനസ്സിലായോ അതായത് എന്തോ എനിക്ക് സ്പിരിച്വാലിറ്റി വരുന്നേ ഇല്ല അതെന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും വെസ്റ്റേൺ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഇന്ത്യൻ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതായത് നമ്മളിപ്പോഴും ബിഹേവിയർ റാഷണൽ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം സെൽഫ് സെൽഫ് രണ്ടു തരമുണ്ട് ഐഡിയലും ഇതും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ എന്താ പറയാ ആക്ച്വലി എനിക്കൊരു ഇതിപ്പോ നേരിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇതൊക്കെ പറയാമായിരുന്നു എന്റെ ഒരു എനിക്കൊരു സ്പിരിച്വൽ ഫാദർ പറയുന്നത് സൈക്കോളജി ഇത്രയും എന്താ പറയാ യൂസ്ലെസ് സബ്ജക്ട് എന്നാണ് പുള്ളി പറയുന്നത് കാരണം മനുഷ്യനെ ഇത്രയും നാരോ ആയിട്ട് കാണുന്ന ഒരു സബ്ജക്ട് വേറെ ഇല്ല എന്നാണ് അക്കോർഡിംഗ് ടു ഹിസ് വ്യൂ കാരണം നമുക്കൊരു എന്താ പറയാ ഒരു ഭയങ്കര വിശാലമായ ഒരു ചിന്താഗതി സൈക്കോളജി പഠിക്കുന്നവർക്ക് ഉണ്ടാവാറില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാട്ടോ എനിക്കതിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ അറിയില്ല കാരണം നമുക്കിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാവുള്ളൂ കാരണം ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ പറയേ ആ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ബാധിക്കില്ലേ അപ്പൊ എന്റെ അടുത്ത് പറയും ഇല്ല ബാധിക്കില്ല കാരണം എന്താണ് നമുക്ക് തന്നെ അറിയാം കോമ്പിനേറ്റീവ് ഫാക്ടേഴ്സും അതർ ഫാക്ടേഴ്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മ ഇപ്പൊ ഇപ്പൊ അനിൽ തന്നെ എന്നോട് പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ മിസ് എന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേ അതെന്താ നമ്മുടെ എല്ലാവരും ഉള്ളിൽ നമ്മുടെ വിചാരം അതാണ് ആ ചെറുപ്പത്തിൽ എനിക്കിത് കിട്ടി എന്നാ പിന്നെ ഞാൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല കാരണം എന്റെ സൈക്കോളജിയിൽ ഫ്രോഡ് അങ്ങനെ പറയുന്നത് സൈക്കോളജി പഠിക്കുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഹേവിയർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനെ മോഡിഫൈ ചെയ്ത് നന്നാക്കാൻ പറ്റും അഡ്വാൻറ്റേജ് ഉണ്ട് ആ നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു പക്ഷെ അതിനെ ശരിക്കും നമ്മൾ നമ്മുടെ നമ്മൾ എന്തോരം നാരോ ഡൗൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഞാനൊരു സൈക്കോളജി പ്രാക്ടീഷണർ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ എന്തിനും ഏതിനും ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഇല്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യരുത് എന്നാലും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങളായിട്ടില്ല ആ ഇല്ല എന്നാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു കാര്യം കാണുമ്പോൾ നിങ്ങൾ പഠിച്ചൊരു തിയറി നിങ്ങൾ ആ ഒരു തിയറിയിൽ അങ്ങനെ പറയാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലും ചിലപ്പോൾ നാട്ടുകാർ ശ്രമിക്കാത്തതുകൊണ്ട് നമ്മൾ പറയില്ലായിരിക്കും പക്ഷെ നിങ്ങളൊരു ജഡ്ജ്മെന്റിൽ എത്താറില്ലേ മാഡം ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് പറയാം ഇല്ല സ്പിരിറ്റ് സി അക്കോർഡിംഗ് ടു സൈക്കോളജി അങ്ങനെ ഒരു സാധനം ഇല്ല നമുക്ക് നമ്മൾ ഈ പാരാസൈക്കോളജി ഒക്കെ അതുകൊണ്ടാണല്ലോ വളർന്നു വരാത്തത് നമുക്ക് മെന്റൽ പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ അതായത് മനസ്സ് അത് ഓൾറെഡി ഉള്ളതാ ബ്രെയിനിലെ നെർവസ് സിസ്റ്റം പല പല ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബ്രെയിൻ ബേസിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ ഫ്രോണ്ടൽ ഫ്രോണ്ടൽ ലോബ് എന്നൊരു സാധനമില്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണല്ലോ ഇല്ലേ ഫ്രോണ്ടൽ ലോബ് ഫ്രണ്ട് അവിടെ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും ആണ് ഈ സൈക്കോളജിക്കൽ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ പ്ലാനിങ് ഓർഗനൈസിങ് ക്രിയേറ്റ് തിങ്കിങ് ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത് ആയിക്കോട്ടെ അപ്പൊ ഇന്ത്യൻ സൈക്കോളജിയിലെ ആത്മാവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇന്ത്യൻ സൈക്കോളജിയിൽ ആത്മാവിനെ അല്ല അവിടെ കുറച്ചും കൂടെ ഡിസിപ്ലിൻ അങ്ങനെയുള്ള വാക്കുകൾക്കാണ് നമ്മൾ കുറച്ചും കൂടെ സൈ നമ്മൾ അതാ പറഞ്ഞേ നമ്മൾ ആ ബുക്കിൽ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജിയിൽ സോൾ സ്പിരിറ്റിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോൾ എന്നൊരു വാക്കായിരിക്കും സ്പിരിറ്റ് എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നില്ലല്ലോ സോൾ എന്ന് പറഞ്ഞ ജീവൻ അങ്ങനെ വരും ആ നമ്മൾ പറയുന്ന ഒരു എന്താ പറയാ നമ്മുടെ ഒരു ഹോൾ എന്താ പറയുന്ന ഒരു അവസ്ഥ അത് അങ്ങനെ അതല്ല അവര് അവര് അവര് സ്പിരിറ്റ് എന്നൊരു വാക്കേ ഉദ്ദേശി ഉപയോഗിക്കുന്നില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എവിടെയും സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പക്ഷെ ഞാൻ ഇതുവരെ നമ്മൾ നോക്കുന്ന ബുക്കിലൊന്നും സ്പിരിറ്റ് എന്നൊരു വാക്ക് കണ്ടിട്ടില്ല അവര് കുറച്ചും കൂടെ സെൽഫ് സോളിനും അല്ലാട്ടോ സെൽഫ് എന്നൊരു വാക്കിനാണ് അവർ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് നമ്മുടെ self control self discipline self fulfilment അതുപോലുള്ള വാക്കുകൾക്കാണ് ഈ ഇന്ത്യൻ സൈക്കോളജി അല്ലെങ്കിൽ അതുപോലെയുള്ള നോൺ വെസ്റ്റേൺ സൈക്കോളജികളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉപനിഷത്തിലൊക്കെ ഉപനിഷത്തുകളിലും വേദ വേദങ്ങളിലും ഒക്കെ പറയുന്നത് നമ്മൾ പറയുന്ന പോലെ പ്ലഷർ മാറ്റണം അതായത് നമ്മൾ പ്ലഷറിന് പുറകെ പോകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും പ്ലഷർ മാറ്റിയിട്ട് അതിലും അപ്പുറം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ നമ്മൾ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നത് മനസ്സിലായോ ഇത് കണ്ടോ അതായത് നമ്മൾ മനുഷ്യന്റെ ഈ നമ്മൾ ഇഡ് പറയാറില്ലേ ഇഡ് ഇഡ് എന്തിനെയാ ഇഡ് എന്തിനെയാ ഫോക്കസ് ചെയ്യുന്നത് ആ ഈഗോ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ആ എക്സിക്യൂട്ടീവിൽ എന്താ ഫോക്കസ് ചെയ്യുന്നവര് കോൺഷ്യസ് ആയിട്ടുള്ള റിയാലിറ്റി റിയാലിറ്റി എന്നൊരു വാക്ക് പറയണം കേട്ടോ അപ്പൊ ഇവിടെ അത് അപ്പൊ ഈ ഫ്രോയിഡ് പറയുന്നത് തന്നെയാണ് നമ്മുടെ വേദങ്ങളിലും അല്ലെങ്കിൽ ഉപനിഷത്തില് പറയുന്നത് നമ്മൾ സെൽഫ് കൺട്രോൾ നമുക്ക് ഉണ്ടാവണം അതായത് ഡിസയേഴ്സ് നമുക്ക് നമ്മുടെ നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളെ പച്ചയായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഇഡുണ്ടാവരുത് ഈഗോ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആൾക്കാർക്ക് എന്താ പറയുന്നത് ഒരു ബ്രഹ്മമുണ്ട് ഒരു സുപ്രീം റിയാലിറ്റി മാസ്ലോയുടെ തിയറിയില് നിങ്ങൾ മാസ്ലോ ഹൈറാർക്കി പഠിച്ചിട്ടുണ്ടോ ഉണ്ട് അഞ്ച് അഞ്ച് സ്റ്റേജ് അഞ്ചേ ഉള്ളോ അഞ്ചേ ആദ്യം എലിമെന്ററി നീഡ്സ് രണ്ടാമത് സെക്യൂരിറ്റി നീഡ്സ് മൂന്ന് ലവ് ബിലോങ്ങിങ്സ് നാല് esteem needs last self actualisation ഇത്രേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മാസ്ലോസ് ഹൈറാർക്കി വേറെ ഇല്ല വേറെ ഇല്ല അഞ്ചെണ്ണ പഠിച്ചിട്ടുണ്ട് അഞ്ചെണ്ണ ആ എന്നാ മാത്സ് അത് കഴിഞ്ഞ് മൂന്ന് നീഡ്സും കൂടെ അതിന്റെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്തിന് ഞാനിപ്പോ അത് പറയാനല്ല അതിനകത്ത് ഏറ്റവും അവസാനം മാസ്ലോ ഇപ്പൊ പറയുന്നത് ട്രാൻസെൻഡൻസ് നീഡ് എന്നൊരു നീഡുണ്ട് ട്രാൻസെൻഡൻസ് നീഡ് അതാണ് നമ്മൾ ഈ പറയുന്ന പോലത്തെ നമ്മൾ പറഞ്ഞല്ലേ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ അതാണ് ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഉപനിഷത്തിൽ പറയുന്നത് നമ്മൾ നമ്മുടെ ബ്രഹ്മത്തിനെ തിരിച്ചറിയുക അല്ലെങ്കിൽ നമ്മൾ ആ ബ്രഹ്മവുമായിട്ട് നമുക്കൊരു കോഡിയലായിട്ട് എന്താ വെച്ചാൽ ഞാനും I belong to this universe എന്നുള്ളൊരു റിയാലിറ്റി ഇല്ലേ മനസ്സിലായോ തീർച്ചയായും ആ ഇതെല്ലാം അപ്പം നമ്മൾ ഈ ഹിന്ദുവിസത്തിലും ജൈനസത്തിലും ഒക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മ നമ്മുടെ തിയറിയിലും ഉണ്ട് പക്ഷെ നമ്മളത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ ഇപ്പൊ ബുദ്ധിസം ആണെങ്കിൽ ബുദ്ധിസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ പറയാ ഈ പറയുന്ന പോലത്തെ നമ്മുടെ തന്നെ നമ്മുടെ ഹാബിറ്റ്സും ഹെറിഡിറ്ററിയും ഇതെല്ലാമാണ് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ അയാള് ബുദ്ധ പറയുന്ന എന്താ നമ്മളിങ്ങനെ എന്നാ എന്താ പറയുന്നത് ലൗകികതയിൽ നിന്ന് മാറി നമ്മളിങ്ങനെ ഭയങ്കര നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു സുപ്രീം സ്റ്റേറ്റിൽ എത്താം എന്നാണ് പുള്ളി പറയുന്നത് അതായത് കൺട്രോൾ ചെയ്താൽ കിട്ടിയോ അതായത് ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ ആണ് ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബുദ്ധിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഇനി ജൈനിസം എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ തീർത്ഥങ്കര ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കര ലോർഡ് മഹാവീര പുള്ളി എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തത് സെൽഫിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സെൽഫ് എന്നുള്ള ഒരു വാക്കിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവർക്ക് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അവർ സെൽഫിന്റെ അപ്ലിഫ്റ്റ്മെന്റ് നോക്കുന്നത് നോൺ വയലൻസ് ആരെ ഉപദ്രവിക്കരുത് അതുപോലെ തന്നെ സെൽഫിന് പല സൈറ്റ്സ് ഉണ്ട് മെനി സൈറ്റഡ്നെസ് അതാണ് അനകന്ധവാദ അത് ആ ബുക്കിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ അത് വായിച്ചാൽ മതി നോൺ അറ്റാച്ച്മെന്റ് അതായത് നമ്മളിങ്ങനെ എന്താ പറയാ നമ്മൾ പറയില്ലേ എല്ലാം ഇങ്ങനെ ലൗകികയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക നോൺ അറ്റാച്ച്മെന്റ് ഇങ്ങനെയാണ് അതായത് ഇപ്പൊ നമുക്കറിയാലോ ഈ കാരൻ ഹോണി എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരു സ്ത്രീ ആട്ടോ അവര് അവര് പറയണത് പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നാണെന്ന് അവർ പറയുന്നുണ്ട് ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ എന്താണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു കേക്കട്ടെ ഇതിനകത്ത് ഇപ്പൊ കുറെ സ്ത്രീകളെ എനിക്ക് കാണാം സ്ത്രീകൾ ആരെങ്കിലും എന്താണ് നമ്മുടെ നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താണ് സ്ത്രീകൾ വിധേയപ്പെട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹം എന്തോ എന്താണ് ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്നു അതാണ് സ്ത്രീകൾ പറയട്ടെ അതന്നെ സ്ത്രീകൾ പറയൂ എന്താണ് നമ്മുടെ എല്ലാവരുടെയും ഒരു നമ്മുടെ പ്രശ്നങ്ങളുടെ ബേസിക് റൂട്ട് കോസ് എന്താണ് എന്തോ എന്നാ ഞാൻ ടാരൻഹോൾ പറഞ്ഞ എന്താന്ന് പറയാട്ടോ over emphasis on love relationships എന്ന് പറഞ്ഞ എന്താ over emphasis on love relationships എന്തോ സ്നേഹബന്ധത്തിനെ കൂടുതലായിട്ട് ആ പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാരൻ ഹോണി സ്വയം ഒരു പെണ്ണായതുകൊണ്ട് കാരൻ ഹോണിക്ക് മനസ്സിലായതാണ് എന്താണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ എപ്പോഴും അങ്ങനത്തെ അതായത് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നമ്മൾ ഇപ്പൊ ഈ ജയനസത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടൂ മച്ച് കണക്റ്റഡ് ആണ് നമ്മള് നമുക്കിങ്ങനെ ഒത്തിരി കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവിടെ മുറുകിയാലും നമുക്ക് വേദന എടുക്കും ഇല്ലേ എത്ര പേര് അംഗീകരിക്കുന്നു എനിക്ക് തോന്നി തോന്നാത്തൊരു കാര്യം ഇപ്പൊ പൊതുവെ ഇപ്പൊ ഞങ്ങളുണ്ടല്ലോ ഞങ്ങളിപ്പോ സ്റ്റാഫ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം അതായത് ഇപ്പം ഒരു ഒരു ഇപ്പൊ എന്റെ എന്റെ കൂടെയുള്ള മിസ്സിന് എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ കോവിഡ് അപ്പൊ മിസ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോ അയ്യോ ഏട്ടന് കോവിഡ് അതൊരു പ്രശ്നം എന്നുവെച്ചാൽ അദ്ദേഹം എടുക്കുന്ന ട്രബിൾ ഈ മിസ്സും കൂടെ ക്യാരി ഫോ ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ആണുങ്ങൾ ഓ എന്റെ ഭാര്യയ്ക്ക് കോവിഡ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ലൈക് ഇത് ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യുന്നിടത്തോളം ആണുങ്ങൾ ചെയ്യാറില്ല അല്ലേ തീർച്ചയായിട്ടും ചെയ്യാറില്ല അതെ അതെ ആ അപ്പൊ കാരൻ ഹോണി പറഞ്ഞ സത്യല്ലേ സത്യം ആ അപ്പൊ അത് തന്നെയാണ് ജൈനസത്തിൽ ഈ നോൺ അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ സെൽഫിനെ നമുക്ക് പലതരത്തിലുള്ള ബേർഡൻ ഉണ്ടാക്കുന്നത് അറ്റാച്ച്മെന്റ് കുറേ നമ്മൾ ഇച്ചിരിയും കൂടെ എന്താ പറയാ നമ്മളിങ്ങനെ ഇത് ഇത് ഇത് ഇതൊക്കെ ഭയങ്കര ടെമ്പററി ആണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിൽക്കുക ഇതൊക്കെ വായിക്കുമ്പോഴല്ലോ ഇതും കൊണ്ടാണ് ഇത് കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് ഇവരുടെ സൈക്കോളജി ആണെന്ന് പറഞ്ഞ് വായിച്ചാലും ഇത് വായിക്കുമ്പോൾ ഇതൊരുമാതിരി ബൈബിൾ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നേണ്ട കാര്യം കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കലാണ് ഇവർ പറയുന്ന തോട്ട്സ് എല്ലാം ഓക്കെ കാരണം ഇന്ത്യ കുറച്ചും കൂടെ ഇന്ത്യയിലെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിലീജിയസ് ആണ് കൾച്ചറൽ ആണ് എത്തിക്കാണ് കുറച്ച് ലാംഗ്വേജ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോംപ്ലക്സ് ആണ് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ മാഡം വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് എന്നാ യുക്തി ഇല്ലെന്നാണോ പറഞ്ഞത് എന്തോ ഇല്ല നമുക്ക് അങ്ങനെ തോന്നുന്ന പറഞ്ഞ യുക്തം നമ്മൾ കുറച്ചും കൂടെ പറയുന്ന പോലെ നോൺ അറ്റാച്ച്മെന്റ് ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ എവിടെയാ കാണുന്നത് നമ്മൾ കുറച്ചും കൂടെ റിലീജിയസ് ആസ്പെക്ട് അല്ലേ നമ്മൾ ഇതൊക്കെ പറയണത് ആ അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ സൈക്കോളജി ഈ പറയുന്ന പോലെയാണ് റിലീജിയസും കൾച്ചറലും ഒക്കെയാണ് കുറച്ചും കൂടെ അതേസമയം വെസ്റ്റേൺ സൈക്കോളജി കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അപ്പൊ ഇന്ത്യൻ സൈക്കോളജി ശരിയല്ലല്ലോ അയ്യോ ഇന്ത്യൻ സൈക്കോളജി ശരിയല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അത് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റത്തുള്ളൂ എന്തോ അല്ല സാറിപ്പം അല്ലെങ്കിൽ അമേരിക്കക്ക് പോണം അവിടെ പോയി സൈക്കോളജി നമ്മള് ഒരു ഒരു സൈക്കോളജിസ്റ്റ് ഏറ്റവും വേണ്ടത് എന്താണെന്ന് അറിയാമോ അവിടുത്തെ കൾച്ചർ അറിഞ്ഞിരിക്കണം നമ്മള് നമ്മൾ ഈ തിയറി ഒക്കെ പഠിച്ചാലും നമുക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില റിലീജിയൻസിന്റെ ചില നോഷൻസ് ഇല്ലേ ആ അത് അവരുടെ പേഴ്സണാലിറ്റിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നമ്മൾ ഒരു വ്യക്തിനെ ഒരു ഒരു ക്ലയന്റിനെ നമ്മൾ അസസ് ചെയ്യാൻ ഒരു വ്യക്തിയുടെ കൾച്ചർ തിരിച്ചറിയാതെ നമുക്ക് ഒരിക്കലും ആ വ്യക്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല നമുക്ക് കൾച്ചറൽ ആസ്പെക്ട്സ് മനസ്സിലാക്കാതെ മനസ്സിലായോ ഞാനൊരു മാറ്റം ഞാനൊരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു എന്റെ എച്ച് ഒ ഡി എന്ന് പറയുന്നത് ഒരു അച്ഛനാണ് അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു അച്ഛൻ ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഫംഗ്ഷൻ നടക്കുവാണ് ഫംഗ്ഷൻ നടന്നപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും പോകുന്ന ദിശയിലേക്ക് അല്ലാതെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് കുറച്ച് പെൺകുട്ടികൾ പോവാ അപ്പൊ ഈ അച്ഛൻ ആദ്യം അച്ഛൻ എന്ന് പറഞ്ഞാൽ വൈദികനാണ് ഈ അച്ഛൻ ആദ്യം വന്നത് അയ്യോ എന്റെ പെൺപിള്ളേര് അവര് നമ്മളല്ലേ നാടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണല്ലോ കാരണവന്മാർക്ക് തോന്നുന്നത് അപ്പൊ അച്ഛന്റെ മനസ്സിൽ ആദ്യം വ്യാകുലത ഉണ്ടായത് പിന്നീട് അച്ഛൻ ചിന്തിച്ചത് ഇതാണ് ജെൻഡർ ഈക്വാലിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആണിനും പെണ്ണിനും ഒരുപോലെ കാണണം അതെന്തിനാണ് പെൺകുട്ടികളെ മാത്രം നമ്മൾ അങ്ങനെ പേടിക്കുന്നത് അവര് ഈ ലോകത്തിൽ ആണിനും പെണ്ണിനും ഒരേ സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ സമൂഹം പറയുന്ന കുറച്ച് വാക്കുകളില്ലേ ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകൾ ഇതെല്ലാം അച്ഛൻ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ പറയണത് അച്ഛന് ഭയങ്കര സമാധാനമായി അച്ഛൻ പിന്നെ ആ അവരെ കുറിച്ച് ആലോചിച്ചില്ല ബിക്കോസ് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ആൺകുട്ടി നമ്മളിപ്പോ ഒരു ആൺകുട്ടി ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോയാൽ നമ്മൾ ഒന്നും മിണ്ടാൻ പോകാറില്ല അവൻ പോയിട്ട് തിരിച്ചു വന്നോളും നമുക്കറിയാം അതേപോലെ തന്നെ ഇദ്ദേഹം ഈ ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളെയും കണ്ടു അവരെ എന്താ മാറ്റം വന്നത് ആ ഇപ്പോഴത്തെ കൾച്ചറൽ ചേഞ്ച് അച്ഛനങ്ങ് അഡ്ഹയർ ചെയ്തതാണ് അപ്പൊ അടുത്തതാണ് ചൈനീസ് അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് എല്ലാം ഒന്ന് തൊട്ട് തൊട്ട് പോവുകയാണ് ഹിന്ദുസവും ജൈനിസവും ബുദ്ധിസവും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനിയാണ് ചൈനീസ് ചൈനയുടെ സൈക്കോളജിക്കൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്താണ് നമ്മള് ഈ മോറൽ പ്രിൻസിപ്പിൾസിനേക്കാളും അവിടെ ലിവിങ് ഇൻ ഹാർമണിയാണ് അതായത് നിയമങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ ഒന്നിച്ച് ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരിക ഈ പറഞ്ഞ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ മൊറാലിറ്റി ബേസ് ചെയ്ത് പൊളിറ്റിക്സിനെ ബേസ് ചെയ്ത് എല്ലാവരും കുറച്ചും കൂടെ അല്ലേ എല്ലാവർക്കും നന്മ ചെയ്യുക ഒരു ഉട്ടോപ്യൻ സമൂഹമാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ സൈക്കോളജിയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കിട്ടിയോ അതാണ് ടോയ് ടീച്ചിങ് എന്നൊക്കെ പറയുന്ന ഈ പ്രീ കൺഫ്യൂഷൻ എറ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ കാണാപ്പാടം പഠിക്കണം എന്നല്ല ഇങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കലും പ്രിൻസിപ്പിൾസും ഉണ്ടെന്ന് മാത്രം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഞാൻ ആ തുടക്കം ഇനി നമ്മൾ യൂണിറ്റ് ടൂവിലേക്ക് പോവാണ് അതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തുടങ്ങിയപ്പോൾ വീണ്ടും ജെയിംസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു അപ്പൊ ജെയിംസിന്റെ അവസാനം വരുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങ് വരാം ഇപ്പൊ നമ്മൾ വൂണ്ടിന്റെ പറഞ്ഞപ്പോ കോൺഷ്യസ്നെസ് പറഞ്ഞു അതുപോലെ വോളണ്ടറിസം എന്ന് പറഞ്ഞാല് നമ്മൾ മനഃപൂർവ്വമാണ് ഒന്നും നാച്ചുറലി സംഭവിക്കുന്നില്ല എല്ലാത്തിനെയും നമ്മൾ നേരിട്ട് മനസ്സിലാക്കി എടുക്കുന്നു എന്നാണ് ഈ വൂണ്ട് പറയണത് ഇൻട്രോസ്പെക്ഷൻ എന്താന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്നു അതാണ് അവിടെ പറയുന്നത് എലമെന്റ്സ് ഞാൻ പറഞ്ഞു മൂന്ന് തരം എലമെന്റ്സ് ഉണ്ട് അതിനകത്ത് വേറെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചാൽ മതി വില്യം ജെയിംസിന്റെ ബുക്കിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പുള്ളി ഈ ഫിസിയോളജിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്ട്രീം പോലെയാണെന്ന് പറഞ്ഞു അദ്ദേഹം യൂസ് ചെയ്ത മെത്തേഡും ഇൻട്രോസ്പെക്ഷൻ തന്നെയാണ് വില്യം ജെയിംസും യൂസ് ചെയ്തത് അദ്ദേഹം സൈക്കോളജിനെ കുറച്ചും കൂടെ പ്രഗ്മാറ്റിസ്റ്റിക് മെത്തേഡ് പ്രഗ്മാറ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ എന്താണ് പ്രഗ്മാറ്റിസം എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ പ്രഗ്മാറ്റിസം എവിടെ കണ്ടാലും ആ പ്രാക്ടിക്കൽ എന്ന് ഓർത്താൽ മതി കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞാല് ഈ എഴുതി പിടിപ്പിക്കുന്ന ഈ സ്ട്രക്ചർലെസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ റിട്ടേൺ അതിനും അപ്പുറം ഉപയോഗം പ്രായോഗികതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളായിരുന്നു വില്യം ജെയിംസ് പിന്നെ വില്യം ജെയിംസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇമോഷണൽ തിയറി നിങ്ങൾ ജെയിംസ് ലാൻഡ്സ് തിയറി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇമോഷനിൽ മോട്ടിവേഷൻ ഇമോഷൻ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് ജെയിംസ് തിയറി അതിനകത്തെ ജെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വില്യം ജെയിംസ് അപ്പൊ പുള്ളി പറയണത് ഒരു വികാരം ഉണ്ടാകുന്നതിന് മുൻപ് അതിന്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകും അതിനുശേഷമാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാ വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നതെന്നാണ് വില്യം ജെയിംസ് പറയുന്നത് മനസ്സിലായോ അതായത് physiological arousal comes first then the emotional experience is understood like we perceive emotions എന്നാണ് പറയുന്നത് കിട്ടിയോ കിട്ടി ഫിസിക്കൽ ചേഞ്ച് വരുന്നുണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നമ്മള് അതായത് ഞാൻ വേർക്കുന്നത് കൊണ്ടാണ് എനിക്ക് പേടി വന്നതെന്നാണ് ആര് പറയണത് വില്യം ജെയിംസ് പറയണത് ഓക്കെ അതുപോലെ തന്നെ പുള്ളി പറയുന്ന ഒരു കാര്യമാണ് ത്രീ പി സെൽഫ് അത് ഞാൻ അധികം കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ ബുക്കിലാ കണ്ടത് പുള്ളി പറയണത് മൂന്ന് തരം സെൽഫ് ഉണ്ടെന്നാ പറയണത് material self social self spiritual self material എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഞാൻ എന്റെ ശരീരം എന്റെ വീട് എന്റെ എന്റേതെന്ന് ഞാൻ വിചാരിക്കുന്ന ലവ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ സെൽഫ് സോഷ്യൽ സെൽഫ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഇപ്പൊ ഞാനൊരു ടീച്ചറാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു സ്ത്രീയാണ് ഇതൊക്കെ എന്റെ സോഷ്യൽ സെൽഫാണ് മനസ്സിലായോ സ്പിരിച്വൽ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുറച്ചൊരു ഹൈറ്റൻഡ് ആണ് അതിനെ പുള്ളി അധികം ഡിഫൈൻ ഒന്നും ചെയ്യുന്നില്ല ഒരു സബ്ജക്റ്റീവ് ബീങ് അതാണ് അപ്പൊ ഇതെല്ലാം വില്യം ജെയിംസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ത്രീ പി സെൽഫ് ഒക്കെ അടുത്തത് ഹാബിറ്റ്സ് ആക്ച്വലി വില്യം ജെയിംസ് ഹാബിറ്റിനെ കുറിച്ച് പറയണത് it is the function of nervous system എന്നാ പറയണത് നിങ്ങൾ നെർവസ് സിസ്റ്റം പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മള് നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇരുപത്തൊന്ന് ദിവസം ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ശീലാകുന്ന അങ്ങനെ ഇല്ല ആ എന്നാ അങ്ങനെയാ പറയുന്നത് അതായത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഏത് ശീലം തുടർന്നാലും നമുക്കതങ്ങ് നമ്മുടെ ശീലത്തിലേക്ക് മാറുമെന്നാണ് പറയുന്നത് അതിന്റെ ബേസ് ആണ് ഇവിടെ പറയുന്നത് അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം കുറെ നാളത്തേന് ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിനകത്തൊരു നെർവസ് സിസ്റ്റത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാകും കണക്ഷൻ ഒരിക്കലും ഉണ്ടായാൽ പിന്നെ അതോടെ നിലനിൽക്കുവാണല്ലോ മനസ്സിലായോ പറയുന്നത് അതായത് ഇരുപത്തൊന്ന് ദിവസം ഡ്രൈവിംഗ് ചെയ്താൽ ഡ്രൈവിംഗ് പഠിക്കുന്നു ഡ്രൈവിങ്ങിന്റെ കാര്യം അറിയത്തില്ല അത് പ്രാക്ടീസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ആ അങ്ങനെ എന്തോ അതിനെ കണക്ട് വാക്ക് ആ ഇപ്പൊ ക്വിറ്റിംഗ് സ്മോക്ക് ക്വിറ്റിംഗ് ഒക്കെ ഇല്ലേ നമ്മള് ഇല്ല നമ്മൾ യോഗയൊക്കെ നമ്മൾ ഏതും ഏതും പറയുന്ന അങ്ങനെയാട്ടോ നമ്മൾ എന്ത് കാര്യം ആദ്യം ഉണ്ടാകുമ്പോഴും ആദ്യം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ ഒരു കാര്യം പഠിപ്പ് ഓക്കെ വാട്ട് ഈസ് മെമ്മറി എന്താ ഈ മെമ്മറി എന്ന് പറഞ്ഞാല് സ്റ്റോർഡ് ഇൻഫോർമേഷൻ റീകളക്ട് ചെയ്യുന്ന അയ്യോ അങ്ങനെയൊന്നുമല്ല എന്താ മെമ്മറി ഫിസിയോളജിക്കലി മെമ്മറി എന്ന് പറഞ്ഞു ഓർമ്മ എങ്ങനെ ഓർമ്മകൾ ഉണ്ടാകുന്നത് നമ്മൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നു അത് പിന്നീട് ആവശ്യം വരുന്ന ഉടനെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ബ്രെയിനിൽ ബ്രെയിനിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും പാറ്റേൺസ് ആയിട്ട് പാറ്റേൺസ് ആയിട്ട് എവിടെ എന്ത് പാറ്റേൺസ് കുറെ ഐഡിയ ഉണ്ട് ഇത്രേ ഉള്ളൂ memory is nothing but to nerve connections ആണ് നെർവ് കണക്ഷൻസ് നമ്മൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടാവണമെങ്കിൽ അതൊരു നെർവസ് കണക്ഷൻ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മയാകും പറഞ്ഞു മനസ്സിലായോ അതായത് ന്യൂറൽ ന്യൂറൽ കണക്ഷൻ ഉണ്ടാകണം ആ memory is nothing but a bond ആണ് ഏത് സാധനവും നമ്മൾ പഠിക്കുന്നതോ ചെയ്യുന്നതോ എല്ലാ കാര്യങ്ങളും അതൊരു നെർവസ് സിസ്റ്റത്തിൽ ഒരു കണക്ഷൻ ഫോം ചെയ്താൽ അതിന്റെ അർത്ഥം അത് ലേൺഡ് ആയി അത് നമ്മുടെ ഹാബിറ്റ് ആയി എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പുതിയ അറിവ് പറഞ്ഞില്ലേ അതായത് പുതിയ രണ്ട് ന്യൂറോൺസ് അവിടെ കണക്റ്റഡ് ആയി പക്ഷെ ഇത് ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കണം അപ്പൊ ഇതെന്താവും ഈ ബോണ്ട് സ്ട്രോങ് ആവും അപ്പൊ മറവി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അവിടെ എന്താ നടക്കുന്നത് റിപ്പിറ്റേഷൻ വരാത്തത് കൊണ്ട് വരുന്നൊരു സംഭവം ഈ ബോണ്ട് ലൂസ് ആകും അല്ലെ കാലക്രമേണ നമ്മൾ പറയില്ലേ നമ്മളിപ്പോ ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിടുക നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോ ആ വള്ളിയുടെ സ്ട്രെങ്ത് അത് അത് അതിന്റെ ബലക്ഷയം സംഭവിക്കില്ലേ അതിന് സമയം ഇടയ്ക്ക് എന്നും എന്നും ചെക്ക് ചെയ്യുന്നതാണെങ്കിലും അത് സ്ട്രോങ് ആയിട്ടിരിക്കും അതുപോലെ തന്നെയാണ് ഹാബിറ്റ് എന്നാണ് ജെയിംസ് പറയുന്നത് അതായത് റിപ്പീറ്റഡ് ആക്ഷൻസ് കൊടുക്കുമ്പോൾ അത് നെർവസ് സിസ്റ്റത്തിൽ അത് അതൊരു എന്താ പറയുന്നത് ഒരു കണക്ടിവിറ്റി ഉണ്ടാകും അതാണ് നമ്മളെ കൊണ്ട് പിന്നെയും പിന്നെയും അത് സംഭവിക്കുന്നത് ബിക്കോസ് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ റിയാക്ട് ചെയ്യും ഓക്കെ അപ്പം ഇന്ന് അത്യാവശ്യം നമ്മൾ കുറെ എന്താ പറയുന്നത് കുറെ കോൺസെപ്റ്റ്സ് പഠിച്ചു അടുത്ത ആഴ്ച അല്ല അടു നാളത്തെ കഴിഞ്ഞ് നമുക്ക് കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഹെൽം ഹോംസിന്റെയും ഫെച്ച്നറിന്റെയും ഒക്കെ തിയറി പറയാം കാരണം അതിനകത്ത് കുറച്ച് അബ്സല്യൂട്ട് നിങ്ങൾ അബ്സല്യൂട്ട് ത്രിഷോൾഡ് എന്താന്നൊക്കെ പഠിച്ചതാണോ ഇല്ല ഇല്ല ഇല്ല അപ്പൊ അതിന് കുറച്ചൊരു ഫ്രഷ്നെസ് വേണം നിങ്ങളൊന്ന് വായിക്കാൻ കൂടെ വേണം അതുകൊണ്ട് നിർബന്ധമായിട്ടും ബുധനാഴ്ച വരുമ്പം ഈ ബ്ലോക്ക് ഫുൾ നിങ്ങൾ വായിച്ചിരിക്കണം ഡൗട്ട്സ് ചോദിക്കുക നമ്മൾ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യും ഒപ്പം ആ പോർഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഹലോ ഏത് ചാപ്റ്ററാണ് ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ വായിക്കണം ബ്ലോക്ക് വൺ ഫുള്ള് ബ്ലോക്ക് വണ്ണാത്ത് രണ്ട് യൂണിറ്റേ പറയുന്നുള്ളൂ ഏതൊക്കെയാണ് നമ്മുടെ ഞാനൊന്ന് പറയാമേ ഒരു ബ്ലോക്ക് വണ്ണാത്ത് വരുന്നതാണ് historical and philosophical context of psychological തോട്ട്സും contributions of early modern psychology Helmholtz Fechner Wundt and James Wundt and James നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനിയുള്ളത് ഫെച്ച്നറും ആൻഡ് ഹെൽ ഹോംസ് ആണ് അത് കുറച്ച് ഫ്രഷ്നെസ്സോട് കൂടി കേൾക്കണം പിന്നെ ആരാണ്ടൊക്കെ പോയിരുന്നതും കണ്ടു അതുകൊണ്ട് ഞാൻ അടുത്ത് ഇനി ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പം അടുത്ത ദിവസം ബുധനാഴ്ച വരുമ്പം നിങ്ങൾ ഇത് വായിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക നമുക്ക് അതുപോലെ തന്നെ അതിന്റെ അടുത്ത ആഴ്ച ബ്ലോക്ക് ടു നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓൾറെഡി അതിനകത്തും സ്ട്രക്ചറിസം ഫംഗ്ഷനിസം വരുന്നുണ്ട് അതുകൊണ്ട് പറ്റുവാണെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു അസോസിയേഷൻസ് മാത്രമാണ് നമുക്കപ്പം പുതിയതായിട്ട് പഠി പറയാനുണ്ടാവത്തുള്ളൂ